last day we were discussing about the various kinds of uh, um, hmm, projective test uh, that we finished uh, the uh, different uh, projective tests like Rorschach, PTHT and other major uh, technique used uh, in clinic for the purpose of assessing the personality as well as the psychopathology okay and next portion of this paper is about the neuropsychological test, test uh, that is used for used for assessing neuropsychological issues. Okay. Is slide uh, visible? Hello? Hello? Hello? Yes, sir. Yes, okay. Thank you. Uh, yes, so before we uh, going to discuss this uh, neuropsychological test, uh, uh, let us start with what is neuropsychology and the importance of neuropsychology in clinical practice. Uh, and then later we can hmm, discuss about this uh, uh, different types of psychological neuropsychological test. Okay. I think you know what is neuropsychology. What is the subject matter of neuropsychology? what is the subject matter of uh, neuropsychology or the subject uh, the, sorry the discussion in neuropsychology or what do you mean by neuropsychology what do you mean by neuropsychology uh, neuropsychology means how the brain and the rest of nervous ah. system influence a person's behavior and yeah. cognition behavior and uh, cognition oh, okay so uh, simply it means uh, the simply it means uh, brain behavior relationship okay how the brain affect our behavior all kinds of behavior hmm? or how brain control uh, the behavior or the relation between or simply it uh, is concerned with the relationship between brain and uh, behavior how our behavior is sorry how our brain is related to how our brain is related to uh, behavior that is uh, uh mm, uh, this neuropsychology and uh, uh, uh, actually, neuropsychology is another sorry major branch of psychology. And in psychology, neuropsychologist is a separate entity or professionals in neuropsychology uh, work in uh, uh, work in collaboration with the neurologist in hospital setting or in clinical setting, or he may practice independently. Uh, or sometimes uh, the clinical psychologist may uh, uh, engage the activities of a neuropsychologist in clinical settings. Okay. Uh, അപ്പോൾ വേറൊരു വേറൊരു ന്യൂറോസൈക്കോളജി എന്ന് പറയുന്നത് ന്യൂറോസൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് വേറെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി തന്നെയാണ് ചില ക്ലിനിക്കൽ സെറ്റിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് ഇനി ചില സ്ഥലത്ത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തന്നെ ന്യൂറോസൈക്കോളജിയുടെ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റ് അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യം കൂടി ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ന്യൂറോ സൈക്കോളജിസ്റ്റിന് ഈ പറഞ്ഞ രീതിയിൽ സോറി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് ന്യൂറോ സൈക്കോളജിസ്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി കൂടി ഉണ്ടെന്നാണ് yes so the neuropsychologist working in clinical setting and uh, engaging different kinds of activity that we will uh, discuss uh, later. Hmm? Okay, actually this the concept of may concept of mind in earlier time the concept of mind is clearly attribute to the development of language in, its, in our evolutionary perspective. Uh, by that time, by that time, this uh, uh this uh, presence of mind is uh, uh, is determined by the characteristics of language development and Descartes was a major prominent of this perspective നമ്മളെപ്പോഴും ഈ മൈൻഡ് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് പ്രധാനമായിട്ട് ഒരു മൈൻഡിനെ കുറിച്ച് സംസാരിക്കാൻ തന്നെ അല്ലെങ്കിൽ മനുഷ്യന് മൈൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് തന്നെ only because of the presence of uh, linguistic characteristics in human beings. And this is the characteristics that differ human being uh, from uh, other uh, animals or uh, language is the unique characteristics human beings മറ്റുള്ളവർക്കെല്ലാം ലാംഗ്വേജ് ഇല്ല എന്നുള്ളതല്ല നമ്മുടെ അത്രയും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് മറ്റുള്ള ആനിമൽസിന് ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഈ അനിമൽസിന് സോറി ഹ്യൂമൻ ബീയിങ്സിന് ഇത്തരത്തിലുള്ള വലിയ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തുകൊണ്ട് എവല്യൂഷണറി പേഴ്സ്പെക്റ്റീവിൽ നിന്ന് നോക്കണേ അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിനെയാണ് പണ്ടൊക്കെ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ മനസ്സ് എന്ന് പറയുന്നത് otherwise we cannot we cannot now we cannot even think about human being or world without any kind of uh, uh, language or communication through the language. ഒന്ന് ആലോചിച്ച് നോക്കുക ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ ഹ്യൂമൻ മൈൻഡ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കൃത്യമായിട്ട് നമുക്കത് അതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കൃത്യമായിട്ട് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ കാര്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഇനിയും നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത് തന്നെ മനസ്സിൽ ആക്കുന്നത് തന്നെ only because of the language because of the language we can read, write, and we can communicate in different manner to other individual, or we can enjoy a very, uh, very colorful or, or very colorful social life. അപ്പൊ ഈ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് often it is attribute to the development of language language develop ചെയ്തിട്ട് ലാംഗ്വേജിന്റെ ലാംഗ്വേജിന്റെ ഒരു ഒരു ഒരു അതിന്റെ പിന്നീടുണ്ടാകുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ പിന്നീട് തന്നെ വളരെ വളരെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് പലപ്പോഴും നമ്മൾ ഈ മൈൻഡ് എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു and also we experience mind എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ അത് അത് അതിൻ്റെ ഒരു ആണ് നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് അപ്പൊ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഇത് ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഈ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അല്ലെങ്കിൽ ഈ ഒരു ട്രെയ്റ്റിൻ്റെ ഹ്യൂമൻ ബീങ്സിന് മാത്രം കിട്ടിയിട്ടുള്ള ഈ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് വലിയ ഒരു ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭൂമി തന്നെയാണ് okay So uh, this uh, characteristics, uh, this uh, this uh, language of the characteristics, and because of the uh, uh, presence of mind is uh, uh, mainly attribute to this uh, development of uh, uh, language. അപ്പോൾ ഈ ലാംഗ്വേജിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ലാംഗ്വേജിലൂടെ പല കാര്യങ്ങൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് മുതലാണ് ഈ ബ്രെയിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് how brain is related to behaviour or how behave how our behaviour is controlled by our behavior all these uh, all these uh, discussions are uh, at that time all these discussions are based on the development of the language and in that in the earlier era there are two hypotheses emerged that contribute or that is uh, attribute the presence of uh, mind whether it is uh, and uh, the major uh, hypothesis are brain hypothesis and cardiac hypothesis എന്ന് പറയുന്നത് നമ്മുടെ ഈ മനസ്സ് എവിടെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് തുടക്കത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം മനസ്സ് നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും പല ആൾക്കാരും അട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് ഹാർട്ടുമായിട്ടാണ് ബന്ധപ്പെട്ടതാണ് പല ആൾക്കാരും ഈ സൈക്കോളജി അല്ല കേട്ടോ സൈക്കോളജിക്കൽ അല്ലാതെ നമ്മൾ ലേമൻ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ all are attribute or layman are attributing mind to the heart അപ്പൊ ആ ഒരു ഒരു തന്നെ കാർഡിയാക്ക് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് കാർഡിയാക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ പൊതുവെ മനസ്സ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സ് വേദനിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ഇപ്പൊ ലിറ്ററി ആയിട്ട് നമ്മൾ അങ്ങനെ പറയുന്ന സമയത്ത് it means that There are there are something there is there is some kind of feeling in my heart എന്നുള്ള സംഭവമാണ് ഉദ്ദേശിക്കപ്പെടുന്നത് So that hypothesis known as cardiac hypothesis and the other hypothesis that is brain hypothesis. Brain hypothesis നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു ഒരു കാര്യം അതായത് കൃത്യമായിട്ട് കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഇമോഷൻസിന് നമ്മുടെ ഫീലിങ്സ് നമ്മുടെ cognition or all kinds of our behaviour are controlled by brain എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രെയിൻ ഹൈപ്പോത്തിസിസും ഈ കാർഡിയ ഹൈപ്പോത്തിസിസും ഇതിന്റെ തുടക്കം മുതൽ തന്നെ എന്ന് പറഞ്ഞ ഫിലോസഫിക്കൽ സൈക്കോളജിയെ കുറിച്ചിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ കോഴ്സ് വന്ന സമയത്ത് മുതൽ ഇങ്ങനെ ഒരു ഒരു കോൺട്രവേഴ്സി ഉണ്ടായിട്ടുണ്ട് now we accept the brain hypothesis and cardia hypothesis has left mark on our language in literary or in literature or in everyday speech our emotion is uh, ascribed to this uh, hmm, heart. Uh, പലപ്പോഴും നമുക്കറിയാം ഇപ്പൊ ലവ് എന്ന് പറയുന്നത് it's a kind of emotion and love is represented by by a symbol of heart ഒരു ഒരു ഒരു എന്താണ് ഹാർട്ടിൽ ഒരു ആരോ പിയേഴ്സ് ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ലവിനെ സൂചിപ്പിക്കപ്പെടുന്നത് അപ്പൊ ആ ഒരു സിമ്പിൾ എന്ന് പറയുന്നത് ഈ ലവ് എന്ന് പറയുന്ന ഇമോഷൻ ഒരാൾ സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നേഹിക്കപ്പെടുന്ന സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞത് that is mainly ascribe to the heart അല്ലെങ്കിൽ when a person became angry it makes or it indicate that this emotion makes my blood boil എൻ്റെ രക്തം തിളച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് ദേഷ്യം കൊണ്ട് എൻ്റെ രക്തം തെളിച്ചു തിളച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് രക്തം എന്ന് പറയുന്നത് നമുക്കറിയാം രക്തം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൽ നിന്ന് പമ്പ് ചെയ്യപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ് അപ്പൊ അവിടെയും functionally we ascribe or we attribute mind to the heart അപ്പൊ ഈ ഒരു ഈ ഒരു എന്താണ് ഹാർട്ടാണോ അല്ലെങ്കിൽ ബ്രെയിൻ ആണോ ഒരു ഹൈപ്പോത്തിസിസ് ഇപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ സയന്റിഫിക് രീതിയിൽ നമ്മൾ ബ്രെയിനായിട്ട് കരുതുന്ന സമയത്ത് നമ്മളുടെ എവറിഡേ കോൺവെർസേഷനിലോ അല്ലെങ്കിൽ ലിറ്റർ ലെവലിലൊക്കെ തന്നെ മനസ്സ് എന്ന് പറയുന്നത് പലപ്പോഴും ഹാർട്ടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഹാർട്ടായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നത് അതിപ്പോൾ ലിറ്ററേച്ചറിലായാലും ആർട്ടിലാണെങ്കിൽ എല്ലാത്തിലും നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് this mind as the functions of or mind is related to the heart in some way mind is related to the അപ്പോൾ ഈ ഈ ഒരു ഈ ഒരു ഹൈപ്പോത്തിസിസ് ഈ പറഞ്ഞ ബ്രെയിൻ ഹൈപ്പോത്തിസിസ് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ കാർഡിയ ഹൈപ്പോത്തിസിനെ നമ്മൾ ഒഴിവാക്കിയ സമയത്താണ് ബ്രെയിൻ ബ്രെയിൻ്റെ ഫങ്ഷൻസ് ബ്രെയിൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ആലോചനകൾ വന്നിട്ടുള്ളത് ഇനി ഈ മൈൻഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ Actually, mind is a uh, uh, Anglo-Saxon word which means memory. അപ്പൊ മെമ്മറി എന്ന് പറയുന്ന ഒരു ഒരു അർത്ഥമാണ് യഥാർത്ഥത്തിൽ മൈൻഡിന് ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെമ്മറി എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്കതിനെ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് മെമ്മറി ആയിട്ട് ബന്ധപ്പെടുത്താമെന്നുള്ളതാണ് കാരണം മെമ്മറി ഇല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യനബിൾ ആണ് മെമ്മറി ഇല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചിന്തിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മെമ്മറി ഇല്ലെങ്കിൽ even we cannot without a without memory even we cannot communicate properly with a person ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ എൻ്റെ മെമ്മറി നിർത്തി പറയുന്നതാണ് ഇപ്പം ഞാൻ ആംഗ്ലോ സാക്സൺ വേർഡാണ് മൈൻഡ് എന്ന് പറയുന്നത് പോലും that is from my memory അപ്പോൾ ഈ ഈ ഒരു അവസ്ഥയാണ് അപ്പൊ എന്റെ മനസ്സിൽ നിന്ന് എടുത്താണ് ഞാൻ പറയുന്നത് എന്ന് പറയുന്ന സമയത്ത് it means I I explain this thing from my memory അതുകൊണ്ടാണ് ഈ മൈൻഡിന് മെമ്മറി എന്ന് പറയുന്നത് but this concept of mind as Aristotle describe is in terms of the psyche ഈ സൈക്ക് എന്ന് പറയുന്ന കാര്യത്തിനെയാണ് അരിസ്റ്റോട്ടിലാണ് ആദ്യം ആദ്യം സൈക്ക് എന്ന് പറയുന്ന രീതിയിൽ മനസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യപ്പെടും എക്സ്പ്ലെയിൻ ചെയ്യപ്പെടും അപ്പോൾ സൈക്ക് വരുന്ന സമയത്താണ് when psyche is translated into English it means mind അങ്ങനെയാണ് സൈക്കിന് മൈൻഡ് വരുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്താണ് പക്ഷെ ഒറിജിനൽ വേർഡ് എന്ന് പറയുന്നത് ആംഗ്ലോ സാക്സൺ വേർഡാണ് മൈൻഡ് എന്ന് പറയുന്നത് ആംഗ്ലോ സെക്ഷൻ ആണ് it is not an English അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഇതിന്റെ ഇതിന്റെ ഒരു തുടക്കത്തില് ഇതിന്റെ ഒരു എമർജൻസിൽ ബ്രെയിൻ എങ്ങനെയാണ് ബിഹേവിയർ റിലേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തില് ഇത്തരത്തിലെ കാര്യങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യാം ഞാൻ പറഞ്ഞു വന്നത് സൈക്കോളജിയുടെ തുടക്കം മുതലേ തന്നെ ഈ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു തിങ്കിങ് ഉണ്ടായി എന്നുള്ളതാണ് നമ്മളിപ്പോ ഒരു സൈക്കോളജിയുടെ ബ്രാഞ്ച് ആയിട്ടാണ് ന്യൂറോ സൈക്കോളജിനെ മനസ്സിലാക്കുന്നെങ്കിൽ പോലും from the very beginning of this thinking about mind or brain the scientists or philosophers at that time they tried to understand this relationship ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ശ്രമം അവർ അന്നേ നടത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സൈക്കോളജിയുടെ ഒരു തുടക്കത്തിൽ തന്നെ ഈ ഒരു ഈ ന്യൂറോ സൈക്കോളജിയിൽ ഒരു തുടക്കം സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞാൽ ബ്രെയിൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ബിഹേവിയർ എന്താണെന്ന് പറയാൻ പറ്റൂ ബ്രെയിൻ മനസ്സിലാക്കാൻ നമുക്ക് ബിഹേവിയർ എന്താണെന്ന് പറയാൻ പറ്റില്ല കാരണം all these all our behaviour are controlled by brain brain ഇല്ലെങ്കിൽ പിന്നെ ബിഹേവിയർ ഒന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ ബിഹേവിയറിനെ ഇനി ആക്ടിവിറ്റി മാനിഫെസ്റ്റ് ചെയ്ത് ലൈഫ് എന്ന് പറഞ്ഞത് without a life there is no behaviour life means the our brain is uh, functioning, uh, our brain is in a functional mode. ആ ബ്രെയിൻ ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ബിഹേവിയർ ഉണ്ടാകാനുള്ള സാധ്യതയേ ഉള്ളൂ അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് വളരെ ഏർലിയർ പീരീഡിൽ തന്നെ സൈക്കോളജിയുടെ വെരി ബിഗിനിങ്ങിൽ തന്നെ ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ഹൈപ്പോസിസാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത് ബ്രെയിൻ ഹൈപ്പോസിസും കാർഡിയ ഹൈപ്പോസിസും കാർഡിയ ഹൈപ്പോസിസ് അല്ല ശരി ബ്രെയിൻ ഹൈപ്പോത്തിസ് ആണ് ശരിയെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള കൺസെപ്റ്റാണ് പിന്നെ വന്നിട്ടോ ഇനി ബ്രെയിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബിഹേവിയർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ബ്രെയിനെ മനസ്സിലാക്കണം ബ്രെയിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു ഒരു എന്താണ് പ്രോസസ്സ് ഒരു ഒരു പ്രൊസീജിയർ അല്ല അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ല കാരണം that much complicated our brain is in it structure as well as function അപ്പോൾ ബ്രെയിനിൻ്റെ ഒരു അനാറ്റമിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഡ്രോയിങ് കഴിഞ്ഞ എത്രയോ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ബ്രെയിനിന് എന്തൊക്കെയോ ഭാഗങ്ങൾ ഉണ്ടെന്ന് കൃത്യമായിട്ട് സയൻറ്റിസ്റ്റുകളും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ വരച്ചതിന് ശേഷം കുറേ അധികം നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ബ്രെയിനിന്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കിയത് അനാറ്റമിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഫങ്ഷണലി അല്ലെങ്കിൽ ഫിസിയോളജിക്കലി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ധാരണ വളരെ നാളുകൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്നിട്ട് ഇപ്പോഴും പോലും നമുക്ക് കൃത്യമായിട്ട് ബ്രെയിൻ്റെ സ്ട്രക്ചർ ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സോറി ബ്രെയിൻ്റെ ഫംഗ്ഷൻ കൃത്യമായി ഇല്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഓർഗൻ ആണ് നമ്മുടെ ബ്രെയിൻ അപ്പൊ ആ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പ് തന്നെ അല്ലെങ്കിൽ ന്യൂറോസൈക്കോളജി റിലേഷൻഷിപ്പ് തന്നെ എവർ ഇവോൾവിങ് ആയിട്ടുള്ള എമർജിങ് ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡാണ് കാരണം ഈ ഒരു ഇതിൻ്റെ ഒരു മിസ്റ്ററി ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലറേഷൻ ഇതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് മാത്രമേ ഈ റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പൊ ബ്രെയിൻ്റെ ഫങ്ഷനിൽ തന്നെ നമുക്കറിയാം നിങ്ങൾ ഇപ്പൊ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബ്രെയിൻ്റെ ലോബുകൾ ബ്രെയിൻ്റെ എന്താണ് സ്റ്റഡീസിന് വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൻസ് ഒക്കെ തന്നെയാണ് ഇപ്പൊ ബ്രെയിന് പലപ്പോഴും നമ്മുടെ ഒരു ഫിസ്റ്റ് എൻ്റെ ഒരു ആകൃതിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ബ്രെയിനെ എക്സ്പ്ലെയിൻ ചെയ്യാം if you make your right hand to your fist and hold it up with the thumb pointing towards the front the fist can represent the position of the brain's left hemisphere and the other side with right so our brain is composed of two equal halves or symmetrical in nature, both uh, left and right half. And the, the brain have different uh, lobes, നിങ്ങൾക്കറിയാം ലോബ്സ് അതൊക്കെയാണ് what are the different lobes of brain okay frontal lobe yes only one lobe and somebody type frontal parietal okay then yes frontal lobe parietal lobe occipital occipital and yes and one more that is yes ശ്രീല ശ്രീലയാണോ ആരാണ് ടൈപ്പ് ചെയ്തത് ആരാണ് ടൈപ്പ് ചെയ്തത് yes one more lobe We have four lobes. Yes, temporal. Okay. Yes. So we have four lobes. Uh, frontal lobe. Uh, frontal lobe. Uh, this. Uh, this is this portion is uh, frontal lobe, and here it is parietal lobe on the roof of our brain. That is uh, parietal lobe, and l- side uh, uh, near our ear in this uh, yellow color that is a temporal lobe and this violet color on the back of our brain that is a uh, uh, occipital lobe and the uh, uh, structure this is frontal and this is parietal this is uh, uh, temporal and this is occipital appi oro lobe aayittu uh, bendapettirulla lobe engena function cheyapadunu ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം ബ്രെയിൻ്റെ ബ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് തന്നെ പല രീതിയിൽ നമുക്ക് ബ്രെയിനിനെ അക്രോസെക്റ്റ് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ ഏത് പോർഷനിലും നമ്മൾ സെക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും രീതിയിലുള്ള അതിന്റെ സ്ട്രക്ചർ കാണാൻ പറ്റും and mainly in brain studies scientist use these anatomical plane ഹൊറിസോണ്ടലായിട്ട് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഈ രീതിയിൽ മനസ്സിലാക്കാം ഹൊറിസോണ്ടലായിട്ട് ഇതിനെ ക്രോസ് സെക്ട് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ള സ്ട്രക്ചർ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ എന്താണ് and this is another that is plane is horizontal plane horizontal പ്ലെയിനിൽ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് താഴേക്ക് വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനിലേക്ക് വരുന്നതാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇവിടെ ഹൊറിസോണ്ടൽ ആണ്ടാണ് ഉദ്ദേശിക്കപ്പെടുന്നത് structure then sorry horizontal that is first plane second is coronal plane ഞാൻ പറഞ്ഞ് മാറിപ്പോയി കൊറോണൽ പ്ലെയിൻ ആണ് വെർട്ടിക്കൽ ആയിട്ട് വരുന്നത് and the third anatomical plane is sagittal plane sagittal പ്ലെയിനിലാണ് ഈ പറഞ്ഞ ഈ സൈഡ് എല്ലാം കൃത്യമായിട്ട് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഏത് രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ സോറി പല രീതിയിൽ മനസ്സിലാക്കുമ്പോഴും പല രീതിയിലുള്ള സ്ട്രക്ചറും അതിന്റെ പല രീതിയിലുള്ള ഫങ്ഷനാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല ഇത് മനസ്സിലാക്കുക ബ്രെയിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക അല്ലെങ്കിൽ ബ്രെയിൻ്റെ ഫങ്ഷനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഇനിയും so before going to discuss this brain the function of the brain in detail there are uh, influential uh, uh, uh, influential approach to understand the function of the brain brain ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബ്രെയിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് പല രീതിയിലുള്ള അപ്രോച്ചാണ് എക്സ്പെരിമെന്റൽ അപ്രോച്ചാണ് ഉപയോഗിക്കുന്നത് ഈ ബ്രെയിൻ സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ന്യൂറോ സയന്റിസ്റ്റുകൾ ഉപയോഗിക്കുന്നത് first one is localisation of the function that means different parts of the nerve system have different functions ഇപ്പോൾ പല രീതിയിലുള്ള സ്ട്രക്ചറലി uh, പല രീതിയിലുള്ള പാർട്സ് uh, അതുപോലെ തന്നെ anatomically different parts have different function ഓരോ സ്ഥലത്തും നമുക്ക് uh, ഓരോ ഫങ്ഷനെ നമുക്ക് ലോക്കലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു പർട്ടിക്കുലർ പാർട്ടിലെ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് ലോക്കലൈസ് ചെയ്യാം എന്നുള്ളതാണ് first approach then comes the next approach that localisation and lateralisation of language ഈ ലോക്കലൈസേഷൻ ലാറ്ററലൈസേഷനെയും പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാംഗ്വേജ് ആണ് ഈ ഹ്യൂമൻ ബീയിങ്സിന്റെ ഒരു മൈൻഡിന്റെ പ്രസൻസിനെ മനസ്സിലാക്കാൻ തുടങ്ങിയത് അപ്പോൾ ന്യൂറോസൈക്കോളജിയുടെ അല്ലെങ്കിൽ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ തന്നെ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്റ്റഡീസ് ആണ് നടത്തിയിട്ടുള്ളത് Paul Broca uh, it demonstrated that language was localized. in The different region of the cortex, cerebral cortex, would have specialized function. He also discovered a function could be localized to the side of the brain that is known as lateralization. Lateral ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ലോക്കലൈസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഈ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ഹാഫ് ആയിട്ടുള്ള ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൻ്റെ പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ട് that properties known as lateralisation അപ്പോൾ ലോക്കലൈസേഷൻ ഫംഗ്ഷൻ പോലെ തന്നെ ലാറ്ററലൈസേഷൻ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ലാംഗ്വേജ് ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ബ്രെയിൻ റീജിയണിൽ we can we can attribute the function of a language similarly we can attribute it to a particular particular brain half ലെഫ്റ്റിലോ റൈറ്റിലോ നമുക്ക് കാണാൻ പറ്റുന്നതാണ് then next approach was sequential programming and disconnection അപ്പൊ സീക്വൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇപ്പൊ ലാംഗ്വേജ് ഫങ്ഷൻസ് പലപ്പോഴും ഓർഗനൈസ് ചെയ്യപ്പെടുന്ന രീതി ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ പ്രോക്കസ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അത്ര വെർണിക്സ് ഏരിയ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കണം sound enters the brain through the auditory pathway from our uh, ear and sound images are stored in vernix or auditory area and this uh, image is sent to the broca's word area for articulation through the motor pathway അപ്പൊ സൗണ്ട് എന്ന് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്ന സമയത്ത് എന്താണോ സൗണ്ട് വെർണിക്സ് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട് ഈ ബ്രെയിൻ്റെ ഒരു ഏരിയ ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല അപ്പൊ ഈ ഏരിയയിൽ അത് അവിടെ ചെന്നതിന് ശേഷം ഇത് ബ്രോക്കസ് ഏരിയയിലേക്ക് സെൻഡ് ചെയ്യപ്പെട്ടാണ് അവിടെയാണ് മോട്ടോർ പാതകളോട് അവിടെ വച്ചിട്ടാണ് ഇതിന്റെ ഒരു ഒരു കൃത്യമായിട്ട് ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം തന്നെ സീക്വൻഷ്യൽ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നടക്കുക ഞാനൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നിങ്ങളത് കേട്ടിട്ട് അത് മനസ്സിലാകുന്ന സമയത്ത് ഈ ഒരു സീക്വൻഷ്യൽ പ്രോഗ്രാം നടക്കും അപ്പൊ സൗണ്ട് ആണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്നെങ്കിലും അതിൻ്റെ ഒരു ഇമേജ് ഉണ്ട് ഞാൻ ബ്രെയിൻ എന്ന് പറയുന്ന സമയത്ത് automatically automatically in our in our in our brain there is an there is a image of brain അപ്പൊ ഈ രീതിയിൽ അത് ബ്രെയിൻ ആണ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു ഒരു ശബ്ദത്തിലൂടെ യഥാർത്ഥത്തിലുള്ള ബ്രെയിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ഈ ഇതിൻ്റെ ഒരു ഓഡിറ്ററി ഏരിയയിൽ ഇതിൻ്റെ ഇമേജ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഇമേജ് സ്റ്റോർ ചെയ്യപ്പെടുന്നതാണ് എൻ്റെ സംസാരത്തിൻ്റെ ആർട്ടിക്കുലേഷനിലൂടെ മെസ്സേജ് മെസ്സേജായിട്ട് സെൻഡ് ചെയ്യപ്പെടും അപ്പം അവിടെ ഒരു സീക്വൻഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ് നടക്കുന്നത് നമ്മൾ ഒരേ കാര്യം ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചില പ്രോഗ്രാമിംഗ് എന്നാണ് അതാണ് സീക്വൻഷ്യൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അല്ലാതെ നേരിട്ട് ബ്രെയിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ചെന്നിട്ട് അത് അവിടെ തന്നെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരവസ്ഥയല്ല നമുക്ക് ഉള്ളത് and another this quality of this brain is disconnection that means disconnecting brain structure by cutting connecting path where result in dysfunction ബ്രെയിൻ്റെ ഹാഫ് ഈക്വൽ ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് ബ്രെയിനും റൈറ്റ് ബ്രെയിനും കോർപ്പസ് കലോസം കൊണ്ടാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന വയറിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു ബയോളജി പഠിച്ച ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ കോർപ്പസ് കലോസം നമുക്ക് കട്ട് ചെയ്യാം സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസ് ഉണ്ട് ബ്രെയിൻ സ്റ്റഡീസിൽ അങ്ങനെയാണ് ചെയ്യുന്നത് ഈ കോർപ്പസ് കലോസം കട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആക്കും അപ്പോൾ ലെഫ്റ്റ് ഹാഫും റൈറ്റ് ഹാഫും ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചില പ്രോഗ്രാമിംഗ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാഫിൽ നിന്ന് റൈറ്റ് ഹാഫിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റും so automatically it will result in dysfunction അപ്പോൾ സീക്വൻഷ്യൽ പ്രോഗ്രാമിങ്ങും ഡിസ്കണക്ഷൻ എന്ന് പറയുന്ന അപ്രോച്ചിലൂടെയും ബ്രെയിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ട് another approach experiment approach to understand the brain is loss and recovery function Florence uh, found that after removal of the piece of cortex uh, in animal, they uh, at first neglected to eat and drank, but with the passage of the time, they recovered to the point that seemed to be normal. Here it means pattern of loss and recovery function seeming to be refute the idea that different cortical area have specialized function. ചില ഫങ്ഷൻസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും നമുക്ക് കുറേ നാളുകൾക്ക് ശേഷം അതിനെ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബ്രെയിൻ അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട് അതിന് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഇതാണ് നമ്മൾ പറയാൻ പറയുന്നത് കാരണം ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള ഫങ്ഷൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ചില സാഹചര്യത്തിൽ അതിനെ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാം or the cell that is adjacent to the lost cell may take the function of the others And this uh, uh, uh, function is known as, or this characteristic is known as loss and recovery function. Then uh, hierarchical organization and the distributed system in the brain. Hucklings Jackson proposed that nervous system was organized as a functional hierarchy. Each successively higher levels controlled more complex aspects of behavior and did so by the means of lower levels. Hierarchical ആയിട്ടുള്ള ഇപ്പൊ പ്രോഗ്രാമിംഗ് തന്നെ ലോ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പൊ ഹ്യൂമൻ ബീയിങ്സിന്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് നമ്മുടെ പ്രോബ്ലം സോൾവിങ് പ്ലാനിങ് ജഡ്ജിങ് ഇതെല്ലാം തന്നെ കൺട്രോൾ ചെയ്യപ്പെടുന്ന ഹയർ ലെവൽസ് ആണ് അപ്പോൾ ഹയർ ലെവൽസ് ആണ് പറയുന്ന സമയത്ത് ഈ ഫങ്ഷനിന്റെ ഒരു ഹയറാർക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽസിൽ നിന്നും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറിന്റെ ആസ്പെക്റ്റിലേക്ക് പോകുന്നതോറും ഹയർ ലെവലിലേക്ക് പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ ചില സമയത്ത് ഒരു തീരുമാനം എടുക്കാൻ കുറേ സമയം വേണ്ടി വരുന്നത് കാരണം ഇത് ഹയർ ആർക്കിക്കലായിട്ട് പോകണം ലോവർ ലെവലിൽ നിന്ന് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നത് so these where the experimental approach to understand the brain function or to understand how the brain is related to behaviour There are localization of function, lateralization, uh, and sequential programming, loss and recovery, then hierarchical organisation ഞാൻ ഇത്രയും പറഞ്ഞത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ടെസ്റ്റിംഗ് പറയുന്നതിന് മുമ്പ് ലാറ്ററൽ ലോക്കലൈസേഷൻ ഒക്കെ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ടെസ്റ്റിംഗ് പറയാൻ പറ്റും അതുകൊണ്ട് അവരൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് മാത്രമല്ല നിങ്ങൾ ന്യൂറോ സൈക്കോളജി ന്യൂറോ സൈക്കോളജി ഒരു പേപ്പറാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഈ ന്യൂറോ സൈക്കോളജി ഒരു പേപ്പർ നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഞാൻ ബേസിക് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഈ ഒരു ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് എക്സ്പെരിമെന്റ് ലെവലിൽ എത്തത്തിലുള്ള അപ്രോച്ച് ഇനി പത്തോളജിക്കലായിട്ടുള്ള ചില കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് ടെസ്റ്റിംഗിലേക്ക് പോകാം യെസ് ഇപ്പോൾ ബ്രെയിൻ്റെ ബിഹേവിയർ റിലേഷൻഷിപ്പ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് by studying the impaired brain or brain with some abnormal characteristics. അപ്പൊ നമ്മൾ ഇത് ബ്രെയിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ബിഹേവിയറും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ബ്രെയിനെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും കാരണം നോർമൽ ബ്രെയിൻ എൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിലാണ് അപ്പൊ നോർമൽ ഫങ്ഷനിങ്ങിലുള്ള ബ്രെയിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയ ആണ് ഏതൊക്കെ ബിഹേവിയറിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പത്തോളജിക്കൽ ലെവലിൽ നിന്നുകൊണ്ടാണ് ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളത് അപ്പോൾ പത്തോളജിക്കൽ ലെവൽ എന്ന് പറഞ്ഞാൽ ന്യൂറോ പത്തോളജി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഡിസോർഡർ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ന്യൂറോ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റെപ്സിൽ ഈ ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കുന്ന സമയത്ത് പത്തോളജിക്കൽ ലെവലിലാണ് ഇതിനെ മനസ്സിലാക്കാനുള്ള ശ്രമത്ത് there are neuro development and perinatal disorder disorder that ഒക്കെ during the development of nervous system For example, there are some malformation, morphological defect an organ of the brain or part of the brain. അതിൻ്റെ ഡെവലപ്മെന്റൽ സ്ട്രക്ചറിൽ തന്നെ ന്യൂറോ ഡെവലപ്മെന്റിൽ തന്നെ അല്ലെങ്കിൽ ഒരു പെരിനേറ്റൽ ഡെവലപ്മെന്റിൽ സോറി പെരിനേറ്റൽ ഡെവലപ്മെന്റിൽ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മാൽ ഫംഗ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ മോർഫോളജിക്കൽ ലെവലിൽ ഒരു ഡിഫക്റ്റ് സംഭവിക്കുകയാണെങ്കിൽ ബ്രെയിന് ആ സച്ച് സംഭവിക്കാം അല്ലെങ്കിൽ it may happen in any part of the brain So it may uh, lead to some uh, neurodevelopmental disorder. And uh, there are some conditions which is that chemicals are exposed. And this also may lead to this malformation. And there are conditions like chromosomal abnormality. Chromosomal abnormality ഉണ്ടാവുകയാണെങ്കിൽ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് എന്തെങ്കിലും ക്രോമസോമിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാണെങ്കിൽ ഇപ്പോൾ മെന്റൽ ടാണേഷൻ പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി പത്തോളജിക്കൽ ലെവലിലെ ബ്രെയിനിൻ്റെ ട്യൂമറിനെ പറ്റി പഠിക്കുന്നുണ്ട് പിന്നെ ചില ഇൻഫെക്ഷൻസ് ഇൻഫെക്ടിസൈഡൽ ഡിസീസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയ്ഡ്സ് പോലത്തുള്ള disease then demyelinating diseases demyelinating disease എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലിനേഷൻ കുറഞ്ഞു വരുന്ന അവസ്ഥ മൈലിനേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ മൈലിനേറ്റഡ് പ്രോപ്പർട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നെർവസ് ഇമ്പൾസസ് അതിൻ്റെ സ്പീഡ് ട്രാവലിങ്ങിൻ്റെ സ്പീഡ് കുറയാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഒക്കെ പോലത്തെ ഉള്ള അസുഖം മൾട്ടിപ്പിൾ സ്ക്ലിറോസിൽ എങ്ങനെയാണ് നമ്മുടെ ഈ എന്താണ് റിയാക്ഷൻ ടൈം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നുള്ള സമയം ഈ എല്ലാ കാര്യത്തിലും വളരെ സ്ലോ ആയിട്ട് വരും and certain cerebro vascular diseases and some trauma that may include uh, cause of the trauma that may include the road traffic accident, falls and assault, including gunshot wounds, etc. And there are primarily brain damage and secondary brain damage primarily ബ്രെയിനിലെ അബ്രേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന രീതിയിൽ സെക്കൻഡറി ബ്രെയിൻ ഡാമേജിൽ പ്രധാനമായിട്ട് ഉണ്ടാവുന്നത് ഇൻട്രാ ഡ്യൂറൽ ഹെമറേജ് ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ സെല്ലിംഗ് ആയിരിക്കുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്രെയിൻ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ ആയിരിക്കുള്ളൂ എപ്പിലെപ്സി പല രീതിയിലുള്ള different types of epilepsy neuro degenerative diseases like dementia or Alzheimer's അപ്പോൾ ഈ ന്യൂറോ പത്തോളജി എല്ലാം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ നിന്നാണ് ബ്രെയിനിന്റെ ബിഹേവിയറിന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കാൻ പറ്റിയത് ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു എന്താണ് ബേസിക് ആയിട്ടുള്ള ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പ് എന്താണ് ബേസിക് ആയിട്ടുള്ള പഠിക്കാനുള്ള സംബന്ധം and the neuro psychological advancement also also takes place through uh, understanding the brain function by some biological methods like uh, EEG, evoked potential, uh, different types of scanning methods. they also helps to understand the brain behavior relationship. ഇപ്പോൾ biological പല മെത്തേഡുകളും ഇപ്പോൾ ഇ ജി ഉപയോഗിക്കുന്ന ഇവോക്കഡ് പൊട്ടൻഷ്യൽ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സി ടിയും M R I P P G ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ബ്രെയിനിൻ്റെ ബിഹേവിയറിൻ്റെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ ടെസ്റ്റുകൾക്ക് സപ്ലിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ബ്രെയിൻ്റെ ബിഹേവിയർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് പത്തോളജിക്കലായിട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ബയോളജിക്കൽ മെത്തേഡാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് പറയണം ഇത് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകാം ഇ ജിയുടെയും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കാനിങ് മെത്തേഡൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം ഓക്കെ ഇതില് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ബയോളജിക്കൽ മെത്തേഡ്സ് പറഞ്ഞിട്ട് നമുക്ക് ന്യൂറോ സൈക്കോളജി ടെസ്റ്റിലേക്ക് biological method in uh, or there is uh, medical method used to understand um, brain behavior relationship or used to study the um, brain dysfunction are mainly computerized uh, tomography scan that is known as a CT, positron emission tom- tomography that is PET, and a magnetic resonance imaging that is MRI and it's uh, uh, developed uh, another developed method that is uh, fMRI that is functional MRI. Okay, ഇതില് computerised tomography position P A T ഓരോന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബേസിക് സംഭവം എന്താണെന്ന് നോക്കിയത് കമ്പ്യൂട്ടറൈസ്ഡ് സി ടി സ്കാനിങ്ങിൽ that entails the passage of x-ray through the head x-rays are absorbed less by the fluid than by the brain set and less by the brain cell than by the bone. When the X-rays expose a photographic negative, brain injury can be visualized because dead cells in the injuries area contain more water than two healthy living brain cell and thus produce a darker image of the scan. ഒരു സെല്ല് ഡെഡായി കഴിഞ്ഞാൽ സെല്ലിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ വാട്ടർ ഉണ്ടാകും ഈ വാട്ടർ കൂടുതൽ ഉണ്ടാവുന്ന സമയത്ത് ഹെൽത്തി ലീവിങ് ബ്രെയിൻ സിസ്റ്റം കൂടുതൽ വാട്ടർ ഉണ്ടാവുന്ന സമയത്ത് ഈ വാട്ടർ ഉള്ള ഏരിയ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഡാർക്കൻ ചെയ്യും അത് ത്രീ ഡയമെൻഷണൽ ഇമേജ് ആണ് കിട്ടുന്നത് അപ്പോൾ ഈ ത്രീ ഡയമെൻഷണൽ ഇമേജിലൂടെ ചില ഏരിയ ഡാർക്കൻ ചെയ്യുന്ന സമയത്ത് ഒരു ന്യൂറോളജിസ്റ്റിന് ആ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതിനാണ് സാധാരണ നമ്മൾ സി ടി സ്കാനിങ് വരുന്നത് so it provide well defined image of the brain structure സ്ട്രക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ സ്ട്രക്ചർ മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ഫങ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കും another method that is positron emission tomography PET entail the injection of the radioactive substance that decay in minutes into the bloodstream so that they reach the brain. As the radioactivity decay, it gives off photons that are detected by Geiger counter placed around the hair. A computer calculates the location from which the photons originate and draws the location of two or three dimensional reconstruction of the brain. Damaged brain areas will use less oxygen. കാരണം ഹെൽത്തി ലിവിങ് സെൽ അല്ലെങ്കിൽ ഓക്സിജന്റെ ലെവൽ കുറവായിരിക്കും so P T in this way portraying the area which uses the less oxygen and it is useful for studying areas of the brain that are engaged in normal behavior such as speaking, reading, uh, writing, etc. നമ്മളെ നോർമൽ ആയിട്ട് നമ്മൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ആക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാവുന്ന ഫങ്ഷൻസിനെ നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്ത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് generate the functional activity of the brain though the structure is poorly defined structure അത്ര വലിയ കാര്യമായിട്ട് പി ഇ ടിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കുറച്ചും കൂടി ഫങ്ഷൻ ചെയ്യപ്പെടുന്നത് ബ്രെയിൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ബ്രെയിനിൽ ചെന്നിട്ട് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്നുണ്ടാകുന്ന ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഫോട്ടോൺ ഡിറ്റക്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു ത്രീ ഡയമെൻഷണൽ ഡയ ത്രീ ഡയമെൻഷണൽ പിക്ചറോ അല്ലെങ്കിൽ ടു ഡയമെൻഷണൽ പിക്ചറോ ആണ് പി ഇ ടിയിൽ വരുന്നത് പോസ്റ്റ് ഡയമെൻഷൻ ടോമോഗ്രഫിയിൽ വരുന്നത് അപ്പൊ നോർമൽ ബിഹേവിയറിനെ നോർമലായിട്ട് ബിഹേവിയർ എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് ഒരാൾ സംസാരിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് or when a person is sleeping then thinking or imagining etcetera how brain function in all these activities that we can detect through the P T അപ്പൊ അപ്പോൾ പി ടിയിൽ ഫങ്ഷണൽ ആസ്പെക്റ്റ് ആയതുകൊണ്ട് ബ്രെയിനിങ് ഫങ്ഷൻ ചെയ്യപ്പെടുന്ന സംഭവമായതുകൊണ്ട് ഇതെല്ലാം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് Then another technique that is uh, magnetic uh, resonance imaging, that is MRI, is calculated the location of moving molecules by detecting the electrical charge generated by their movement. Areas of strongest flow appear in red, those of the weakest flow appear in blue. Because the brain tissues vary in the concentration of molecules, MRI can use regional difference to reveal excellent image of the brain. MRI can also determine the relative concentration of the oxygen and carbon dioxide and so can be used to determine the regional difference in the brain activity. So brain activity എല്ലാ ഏരിയയിലും ഒരുപോലെയല്ല ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയ ആയിരിക്കും കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ റീജിയണലായിട്ടുണ്ടാവുന്ന വ്യത്യാസം റീജിയണലായിട്ടുണ്ടാകുന്ന ഡിഫറൻസിനെ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുണ്ടാകുന്ന ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ചില ഏരിയസിൽ ഉണ്ടാകുന്ന ഡിഫറൻസിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഓക്സിജനും അല്ലെങ്കിൽ മറ്റുള്ള മോളിക്യൂൾസ് ഒക്കെ ബ്രെയിനിൽ വർക്ക് ചെയ്യപ്പെടുന്നത് ഓരോ ഫങ്ഷനായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് ഇനി ഓരോ റീജിയണിൽ എങ്ങനെയാണ് ഈ പറയുന്ന മോളിക്യൂൾസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നതാണ് so it can generate this M R I can generate photographic quality image of the brain structure and function and functional M R I can produce integrated structural both sorry integration of both structural and functional image F M R ഐയിൽ ഫങ്ഷണൽ എം ആർ ഐയിൽ രണ്ടും ഫങ്ഷനും നമുക്ക് അതിന് uh, സ്ട്രക്ചറും കാണാൻ പറ്റും എം ആർ ഐയിൽ സ്ട്രക്ചർ മാത്രമായിരുന്നു ബ്രെയിൻ്റെ സ്ട്രക്ചർ മാത്രം കാരണം കുറച്ചും കൂടി ക്വാളിറ്റി ഇമേജ് ആയിരിക്കുള്ളൂ റീജിയണൽ ഡിഫറൻസ് ഒക്കെ കളറിൽ കാണിക്കുന്ന റെഡിലും ബ്ലൂവിലും കാണിക്കുന്ന രീതിയിൽ റെഡിന്റെ തന്നെ കളർ വ്യത്യാസം വരും കേട്ടോ ഈ ബ്രെയിൻ്റെ ആക്ടിവേഷൻ മാറുന്നതിനനുസരിച്ച് കളറിൽ വ്യത്യാസം വരും ഇപ്പൊ ബ്ലഡിന്റെ ഫ്ലോ കൂടുതലാണെങ്കിൽ റെഡും ബ്ലഡിന്റെ ഫ്ലോ കുറവാണെങ്കിലും ബ്ലൂ ആയിട്ട് വരുന്ന രീതിയിലുള്ള ചില നല്ല ക്വാളിറ്റി കളറായിട്ടുള്ള ഫീച്ചറാണ് നമുക്ക് എം ആർ ഐ കിട്ടുന്നത് So all these uh, technique, these uh, scanning techniques are used to understand uh, this brain behavior relationship. If this figure shows how this scan of different technique that is illustrated in this picture. ഇപ്പോൾ സിരിയിൽ കാണുന്ന പിക്ചറിൽ നിന്നും കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് നമുക്ക് എം ആർ ഐ കിട്ടുന്നത് ഇത് പി ഡിയിൽ കിട്ടുന്നത് പോസിറ്റീവ് എമിഷൻ ടോമോഗ്രാഫിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിലുണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചിട്ട് ഏരിയയിലുണ്ടാകുന്ന വ്യത്യാസത്തിൽ അപ്പോൾ സ്ട്രക്ചറൽ സ്ട്രക്ചറലായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കും so these different scanning methods also helps to understand both the uh, brain behavior relationship as well as how a brain function in a, a in a, a abnormal way. അപ്പൊ അബ്നോർമൽ ആയിട്ട് ഇത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യപ്പെടുന്നത് അതുപോലെ തന്നെ ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇനിയും ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ വേറെ സംഭവമാണ് ഇവോക്ഡ് പൊട്ടൻഷ്യൽ ബയോളജിക്കൽ മെത്തേഡിൽ പറഞ്ഞിട്ടുള്ള വേറൊരു മെത്തേഡാണ് സ്കാനിങ് മെത്തേഡ് അല്ല വേറൊരു method evoked potential it measure the time uh, it takes for the brain to respond to a sensory stimulation either through sight, sound or touch. അപ്പോൾ നമ്മളൊരു കാര്യത്തിനോട് റെസ്പോണ്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വോക്കഡ് പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ഒരു കാര്യം കാണുന്ന സമയത്ത് എത്ര എന്താണ് എത്ര പെട്ടെന്നാണ് വളരെ ക്വിക്കായിട്ടാണ് അല്ലെങ്കിൽ എത്ര എത്ര ഇന്റർവൽ ടൈമിലാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് യുവോക്ഡ് പൊട്ടൻഷ്യൽ ടെസ്റ്റ് അത് തന്നെ ശബ്ദത്തിനോട് ഉണ്ടാവാം സൈറ്റിനോട് കാഴ്ചയോട് ഉണ്ടാവാം അതുപോലെ തന്നെ ടച്ച് ഒരാൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എത്രമാത്രം സ്പീഡോട് കൂടി ക്വിക്നെസ്സോട് കൂടിയാണ് നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യപ്പെടുന്നത് this technique or this method is known as evoked potential evoked പൊട്ടൻഷ്യലും ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ എത്രമാത്രം അലേർട്ടാണ് ഫംഗ്ഷനിങ്ങിൽ എത്രമാത്രം അലേർട്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഏരിയ എത്രമാത്രം എന്താണ് സ്ലോ ആണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും ഇതിൽ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ ഇ ജിയുടെ e റെക്കോർഡാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് രണ്ടാമത്തെ കാണിച്ചിരിക്കുന്നത് സി ടിയുടെ ഒരു ഒരു സ്ലൈഡാണ് സി ടി സ്കാൻ്റെ ഒരു സ്ലൈഡാണ് ഇനി താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് ഈ ഇവോക്കഡ് പൊട്ടൻഷ്യൽ നിശ്ചയിക്കപ്പെടുന്നത് സൗണ്ടിനോടും സൈറ്റിനോടും ടച്ചിനോടും ഒക്കെ ഉണ്ടാവുന്ന നമ്മുടെ റിയാക്ഷൻ ടൈം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ മൂന്നാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഈ വക്ര പൊട്ടൻഷ്യലിൻ്റെ ഫിഗറാണ് കാണിച്ചത് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ബ്രെയിൻ്റെ ബിഹേവിയർ റിലേഷൻഷിപ്പ് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രെയിൻ ബിഹേവിയർ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ന്യൂറോളജിസ്റ്റിനെ കൂടുതൽ ഹെൽപ്പ് ചെയ്യപ്പെടുന്നത് neuro neurological problem neurological disorder മനസ്സിലാക്കാനായിട്ട് അവർക്കാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യപ്പെടുന്നത് psychologist also collect information or advancement from this method to understand how brain control or how the brain is related to our behaviour ഇനി സാധാരണ രീതിയിൽ ഇത്തരം ബയോളജിക്കൽ മെത്തേഡ് കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ബയോളജിക്കൽ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ന്യൂറോളജിസ്റ്റ് ഉപയോഗിക്കുന്നത് in different situations like when there is a infarction in the brain of a patient or a person infarction എന്ന് പറയുന്നത് tissue death due to the lack of oxygen supply കൃത്യമായിട്ട് ഓക്സിജൻ സപ്ലൈ ബ്രെയിൻ്റെ ഒരു ഏരിയയിലേക്ക് കിട്ടുന്നില്ലെങ്കിൽ അവിടെയുള്ള ടിഷ്യൂ ടിഷ്യൂവിൽ ഡെത്ത് സംഭവിക്കും അങ്ങനെയാണ് സെറിബ്രൽ ഇൻഫ്രാക്ഷൻ പല രീതിയിൽ സംഭവിക്കാം ഇപ്പോൾ ഇപ്പോൾ സെറിബ്രൽ ഹെമറേജ് ഉണ്ടാവുന്ന സമയത്ത് അതായത് ബ്ലഡ് പോകുന്ന സമയത്ത് ഇടയ്ക്ക് ഇത് പൊട്ടി ബ്രേക്ക് ചെയ്തിട്ട് റാപ്ചർ ചെയ്തിട്ട് പുറത്തേക്ക് ബ്ലഡ് പോകുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ബ്ലഡ് എത്തുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഊണ്ട് വരുന്നു എന്തെങ്കിലും ട്രോമാറ്റിക് ആയിട്ട് തലയിൽ എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ അടിയേറ്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് മുഖേന ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വൂണ്ട് ഉണ്ടാകുന്നുണ്ട് ബ്ലഡ് അവിടെ വെച്ചിട്ട് തന്നെ പിന്നെ അങ്ങോട്ട് അടുത്ത അടുത്ത ഏരിയയിലേക്ക് പാസ് ചെയ്യപ്പെടുന്നു so in this situation this biological method is use to understand the cerebral infarction and intracerebral haemorrhage intracerebral haemorrhage എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ ബ്രെയിൻ്റെ സ്ട്രക്ചർ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ബ്രെയിൻ്റെ സ്ട്രക്ചർ വളരെ ഉള്ളിൽ നടക്കുന്ന ചില ഹെമറേജ് ഒന്നും പുറത്ത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ അതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടു ഡയമെൻഷനും ത്രീ ഡയമെൻഷനായിട്ടുള്ള ചില മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ പി എ ടിയോ അല്ലെങ്കിൽ എം ആർ ഐ പോലത്തെ സംഭവം and it also helps to understand some neurological diseases ചില ന്യൂറോളജിക്കൽ ഡിസീസസ് ഉണ്ട് ഈ ന്യൂറോളജിക്കൽ ഡിസീസ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ചെയ്യുന്നത് പിന്നെ intracranial calcification cranial calcification ഉദ്ദേശിക്കപ്പെടുന്നത് ബ്രെയിനിന്റെ ഉള്ളിൽ കാൽസിഫിക്കേഷൻ സംഭവിക്കാം കാൽസ്യത്തിന്റെ അളവ് കൂടിയിട്ട് പ്ലേക്ക് പോലത്തെ ഒരു അവസ്ഥ വരാം and also helps to understand tumour brain tumour മനസ്സിലാക്കാൻ ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ട്രോമാറ്റിക് ഇപ്പം മെക്കാനിക്കൽ ലെവലുള്ള ട്രോമ ഉണ്ടാവുക അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ് മുഖേനയുള്ള ട്രോമ ഉണ്ടാവുക അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇപ്പോൾ ഈ ഗൺഷോട്ടൊക്കെ പോലത്തെ ഉള്ള രീതിയിലൊക്കെ രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ട്രോമാറ്റിക് ഇഞ്ചുറി ഉണ്ടാവുക then another situation in which this biological method is use this multiple sclerosis multiple curious ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എന്താണ് നെർവിന്റെ ഇമ്പൾസസ് വളരെ സ്ലോ ആയി സ്ലോ ആയിട്ട് വരുന്ന അവസ്ഥ അങ്ങനെ സ്ലോ ആയിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള റിയാക്ഷൻ ടൈം ടൈമുകളെ നമുക്ക് വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് multiple sclerosis then mesial temporal sclerosis another uh, problem neurological problem and it is the uh, cause of most common cause for seizure actually seizure ഉണ്ടാവുന്നത് പിറ്റ്സ് പോലത്തുള്ള അസുഖം ഉണ്ടാവുന്നത് ഈ ടെമ്പറോസ് കൊണ്ട് ഉണ്ടാവാൻ സാധിക്കും then different kinds of dementia Alzheimer ഇതെല്ലാം തന്നെ മനസ്സിലാക്കാനായിട്ടാണ് സാധാരണ ബയോളജിക്കലായിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സ്കാനിങ് മെത്തേഡ് ഉപയോഗിച്ച് ബയോളജിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ഒരു രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നതോടൊപ്പം തന്നെ this information helps neuroscientists or cognitive scientists to understand brain and behavior relationship. ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാക്കാം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഒരു ഒരു എന്താണ് ഇപ്പം ഈ ന്യൂറോ സയൻസ് എന്ന് പറയുന്നത് വലിയൊരു ബ്രോഡ് സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് കോഗ്നേറ്റീവ് സൈക്കോളജി വരുന്നുണ്ട് ന്യൂറോ സൈക്കോളജി വരുന്നുണ്ട് ന്യൂറോ സർജറി വരുന്നുണ്ട് ന്യൂറോളജി ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ഡിസ്കസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ചേർന്ന് ഇത്തരത്തിലുള്ള പല ഇൻഫർമേഷൻസ് അവരുടെ പെർസ്പെക്റ്റീവ്സും അവരുടെ ഡിസ്കവറീസും എല്ലാം ഷെയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബ്രെയിനും ബിഹേവിയറും തമ്മിലുള്ള കൃത്യമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ നമുക്കൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ആയിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ ബ്രെയിൻ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതിപ്പോൾ സാധാരണ രീതിയിൽ സൈക്കോളജിക്കൽ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്തും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ നിന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്തും ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണ്ടിയിരിക്കുന്നു കാരണം ഇതിനെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിൻ തന്നെയാണ് ബ്രെയിൻ്റെ ഫങ്ഷനെയാണ് or output of function of brain ആണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് if you think in terms of the biological manner our behaviour is the output of brain act അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചോട്ടെ മാത്രമല്ല ഇപ്പോൾ ഒരു ക്ലിനിക്കൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന സംബന്ധിച്ചിടത്തോളം അബ്നോർമൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സംസ് it may be due to some കൊഗ്നി some function dysfunction related to the brain activities brain ഫങ്ഷനിൽ എന്തെങ്കിലും വരുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും that will that will result into uh, that will result into this uh, kind of uh, that will uh, result into uh, this kind of uh, problem അബ്നോർമാലിറ്റിയിലേക്ക് വരാം അപ്പൊ നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സംബന്ധിച്ചിടത്തോളം he's in a clinical setting he's very closely related to both psychiatrist and neurologist. You may get uh, referral from uh, more referral from these two uh, these two specialty. The psychiatrist is not mainly concerned with the brain function പ്യുവറായിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ പക്ഷേ ഒരു സൈക്കാട്രിക് പ്രോബ്ലം ചെന്ന് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു എം ആർ ഐ എടുത്തിട്ട് വരും വരാനായിട്ട് പറയണമെന്നില്ല but the same problem when it comes to the neurologist He may suggest for a C T or M R I അപ്പോൾ അവിടെ they are judging it as the dysfunction of our brain psychiatrists are considered in more or less in our our our uh, manner of thinking. Hmm? This problem may be due to some other means uh, they are also considering it in a biological manner. ഇപ്പൊ ന്യൂറോളജിസ്റ്റിന് അത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രെയിൻ ഫംഗ്ഷൻ കൊണ്ട് ബ്രെയിൻ ഡിസ്ഫങ്ഷൻ കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് കരുതുന്നില്ല എങ്കിൽ പോലും അവരുടെ മെയിൻ കൺസേൺ ഇതുപോലെ തന്നെയാണ് they are also try to correct the neurotransmitters within the neurons സെല്ലിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കറക്റ്റ് ചെയ്യാൻ ഇപ്പൊ ഡോപ്പമൈനെയോ അല്ലെങ്കിൽ സെറിറ്റോനെയോ ഗാബയോ ഒക്കെ കറക്റ്റ് ചെയ്യാനുള്ള മെഡിസിൻസ് ആണ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പൊ അവിടെയും ഉദ്ദേശിക്കപ്പെടുന്നത് correcting the communication between the cell communication between the neurons ആണ് ഉദ്ദേശിക്കപ്പെടുന്നത് പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ന്യൂറോളിസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ കൃത്യമായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ എന്തെങ്കിലും ഇതിലുള്ള പ്രോബ്ലം ഉള്ളത് കൊണ്ടാണോ ഈ പേഷ്യൻ്റ് ഒരു അബ്നോർമാലിറ്റി കാണിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നില്ല എന്നുള്ളത് means we should have psychology should have a basic understanding of this recent development in brain sciences neurosciences ന്യൂറോ സയൻസിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് രണ്ട് രീതിയിൽ നമുക്ക് ഗുണം ചെയ്യും you can have a better understanding of this cognitive functions as well as this kind of abnormality ഇപ്പം അബ്നോർമൽ ബിഹേവിയറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് എന്ന രീതിയിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചത് എങ്ങനെയാണ് ഈ ബ്രെയിനിൻ്റെ പ്രോബ്ലംസ് ബിഹേവിയർ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ബ്രെയിനിൽ തന്നെ ഉണ്ടാവുന്ന ഡിസീസ് പല ബ്രെയിനിൽ തന്നെ ഡിസീസ് ആണ് ബിഹേവിയർ പ്രോബ്ലംസ് പറയുന്നത് ഇപ്പൊ അൽഷീമർ വരുന്ന സമയത്ത് functionally it is manifested as the memory loss functionally അപ്പോൾ അത് അബ്നോർമാലിറ്റിയാണ് ഒരാൾക്കൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അയാളുടെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും day by day it is deteriorating അപ്പോൾ അവിടെ ഫങ്ഷണലി പ്രശ്നം വരുന്നു ഒന്നും ആരും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഒന്നും പറയാൻ അറിയാൻ പറ്റുന്നില്ല രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം ഭക്ഷണം കഴിച്ചോന്ന് കഴിക്കുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടാകും കഴിച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ അത്രമാത്രം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ബ്രെയിൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലും it will manifest as the behavioural problems in certain situation okay okay we come to our discussion that is neuropsychological assessment അപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള റിലേഷൻഷിപ്പിനെ അസസ് ചെയ്യലാണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a patient is presented with some neurological problem psychologist may assist or assess that problem in his own way നമ്മുടെ രീതിയിൽ എന്ന് പറഞ്ഞാൽ സൈക്കോളജിക്കലായിട്ട് രീതി അപ്പോൾ ബയോളജിക്കലായിട്ടുള്ള ധാരാളം രീതികളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ധാരാളം രീതികളുണ്ട് സ്ട്രക്ചർ നോക്കുന്ന രീതികളുണ്ട് ഫങ്ഷൻസ് മനസ്സിലാക്കുന്ന സ്കാനിങ് മെത്തേഡ് ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല മെത്തേഡുകളുണ്ട് പക്ഷേ ചില സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു സ്ഥലത്തുണ്ടായിട്ടുള്ള ചെറിയൊരു ഇമ്പയർമെന്റ് എങ്ങനെയാണ് ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില സാഹചര്യത്തിൽ ഈ പറഞ്ഞ രീതിയിൽ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് വേണ്ടി വരും oh how the how the patient can rehabilitate that is another question before a mm, neurologist that also can be addressed by various kinds of neuropsychological assessment and this root of this assessment lies in both neurology and psychiatry ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ന്യൂറോ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് is closely related to neurologist and psychiatrist അപ്പോൾ ഇതിന്റെ ഈ അസസ്മെന്റിന്റെ ബേസിക് എന്ന് പറയുന്നത് പലപ്പോഴും ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൈക്കാട്രി ന്യൂറോളജിയാണ് the first neuropsychological test design to identify people suffering from cerebral function attributable to organic disease process like brain pathology rather than to functional disorders linked to behaviour test തുടക്കത്തിൽ തന്നെ ഇത് ഇത് എന്താണ് ഇത് ഡിസൈൻ ചെയ്യപ്പെടുന്നത് തന്നെ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ സെർബ്രൽ ആയിട്ട് ബന്ധപ്പെട്ട് ബ്രെയിൻ പതോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടാവുന്ന ഓർഗാനിക് ഡിസീസ് പ്രോസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് either than the functional disorder ഫങ്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ അൽഷീമർ മുഖേന ഉണ്ടാവുന്ന ഫങ്ഷണൽ ആണ് മെമ്മറി ഇഷ്യൂസ് എന്ന് പറയുന്നത് പക്ഷേ അതിന്റെ സെറിബ്രൽ ഡിസ്ഫങ്ഷൻ ഇപ്പൊ സെറിബ്രൽ ഏരിയയിൽ എവിടെയൊക്കെയാണ് ഡിസ്ഫങ്ഷൻ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമാണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് ഇതിന്റെ തുടക്കം തന്നെ ഈ ടെസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഡിസൈനിങ് തന്നെ ഇത് സിൻസ് ദാറ്റ് ആയും three factors have enhance the rate of change in our neurological assessment functional imaging technique cognitive neuroscience and manage health care functional imaging ടെക്നിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള ബയോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞത് ഇനി advancement of the cognitive neuroscience unity neuroscience day by day advance ചെയ്യപ്പെടുന്ന ഒരു ഫീൽഡാണ് and we are also psychology are also borrowing many concept and perspective from this neuroscience and they are also borrowing our our perspective perspectives of community psychologist okay so functional imaging cognitive neuroscience and management അപ്പോൾ സൈക്കോളജിക്കൽ അസസ്മെന്റ് കുറച്ചും കൂടി സയന്റിഫിക് ആയിട്ട് ഇതിലേക്ക് വരുന്നപ്പെടുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഫങ്ഷണൽ ഇമേജ് ടെക്നിക്ക് കുറെ കൂടി മനസ്സിലാവുന്ന സമയത്ത് or this advancement of community neuroscience and managed health care managed health care ആണ് നമ്മൾ ഒരു രോഗം വന്നതിന് ശേഷം എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് അല്ലെങ്കിൽ how to rehabilitate a neurological patient. So neuroimaging has followed, so sorry, allowed investigators to identify changes in cerebral function in a wide variety of disorders, include most of the neurological, development and behavioral disorders. either a RAS that affect the cerebral injury, disease or infer from the behavioral symptoms. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രീതിയിലുള്ള imaging technique then emergency cognitive science in nineteen nineties produce a dramatic change in theoretical understanding of brain and cognition cognitive സൈക്കോളജിയിൽ നമ്മൾ പറയപ്പെടുന്ന പല കാര്യങ്ങളും റീസെൻ്റ് ആയിട്ടുള്ള പല ഡെവലപ്മെൻറ്റും കോഗ്നേറ്റീവ് സൈക്കോളജി നിങ്ങൾക്ക് പേപ്പറുള്ളതാണ് കോഗ്നേറ്റീവ് സൈക്കോളജി വരുന്ന റീസെൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻ്റ് എല്ലാം തന്നെ ഈ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസിന്റെ ഒരു അഡ്വാൻസ്മെന്റ് ആണ് പുതിയ ധാരാളം തിയറീസ് വരുന്നുണ്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് സൈക്കോളജി കാരണം ഈ കമ്പ്യൂട്ടർ സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള advancement computer model of mind എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രെയിൻ മോഡൽ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നതൊക്കെ കുറെ കൂടി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് there are more more more theoretical understanding more advancement for the uh, for the assessment of brain function and uh, cognitive activities. There are more cognitive approach use multivariate statistical method, including structural equation modeling to attempt to understand the way in which neural network are disrupted in both individual cases and in group. ഇത് എല്ലാം നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത സമയത്ത് ബ്രെയിനിന്റെ ഫങ്ഷൻ പോലും നമ്മൾ മനസ്സിലാക്കപ്പെടുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള സ്ട്രക്ചറൽ ഇക്വേഷൻ മോഡലിംഗ് അനുസരിച്ചിട്ടാണ് എന്ന് പറഞ്ഞാൽ ഓരോ നെറ്റ്വർക്കും ബ്രെയിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞ നെറ്റ്വർക്കാണ് ഒരു സെല്ലുകളുടെ ടിഷ്യൂസ് ആണ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ആണ് ഈ group of cells how the cells are interconnect ഓരോ സെല്ലുകളും ഇന്റർ കണക്റ്റഡ് ആണ് സ്ട്രക്ചറിലും ഇന്റർ കണക്റ്റഡ് ആണ് അതുപോലെ തന്നെ ഫങ്ഷനിലും ഇന്റർ കണക്റ്റഡ് ആണ് അപ്പോൾ ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് മൊത്തമുള്ളൊരു ന്യൂറൽ നെറ്റ്വർക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ളതിന് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കമ്പ്യൂട്ടർ സയൻസിന്റെ ഒക്കെ ഡെവലപ്മെന്റ് എടുക്കണം കാരണം കമ്പ്യൂട്ടർ സയൻസിൽ ഡെവലപ്മെന്റിൽ കൂടുതലും ഇത്തരത്തിലുള്ള സ്ട്രക്ചറൽ ഇക്വേഷൻസ് മോഡലിലൊക്കെ ഉപയോഗിക്കുന്നു so we are also cognitive psychologist are also using this model statistical model to understand the way in which this neural network affect the cognition, cognitive behavior of individual. Recent emerging will certainly change the way in which neuropsychological assessment is conducted in the future. ഈ അഡ്വാൻസ്മെന്റ് ഒക്കെ തന്നെ നമ്മുടെ ന്യൂറോ അസസ്മെന്റിന് വളരെ ഫ്യൂച്ചറിൽ ന്യൂറോസൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് സംഭവിക്കും കാരണം കുറേ കൂടി സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ കുറേ കൂടി കൊമ്യൂണിറ്റീവ് ഫങ്ഷൻസ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ബ്രെയിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും or we can predict the brain behaviour relationship as in neuropsychology അപ്പോൾ ഇവിടെ കൊഗ്നേറ്റീവ് ആസ്പെക്ട് ലെവലിൽ ബ്രെയിൻ എത്രമാത്രം ബ്രെയിൻ ഫങ്ഷൻ ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ remembering thinking problem solving different kinds of cognitive activity how these cognitive activities takes place, how these are controlled within our brain, or how uh, the structure, how the net, sorry, how the network, structured network that uh, control this behavior, control this process, cognitive process, that is important. അപ്പം ഇതിലെല്ലാം തന്നെ ധാരാളം അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട് ഇപ്പം റോബോട്ട് തന്നെ ഹ്യൂമൻ ബീങ്സിനെ എക്സാക്ട് മിമിക് ചെയ്യപ്പെടുന്ന റോബോട്ടിനെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്ന സംഭവത്തിന് എന്താണ് ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്രെയിൻ എന്ന് പറയുന്ന വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ലോകത്തിൽ കാണുന്നില്ല കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ ആയിട്ട് വർക്ക് ചെയ്യപ്പെടുന്ന ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിനെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ തന്നെ ധാരാളം രാജ്യങ്ങളിൽ റോബോട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല പല സർവീസുകളും റോബോട്ടുകളും നടക്കുന്നുണ്ട് ഹ്യൂമൻ ബീയിങ്സ് അതിനൊക്കെ വളരെ സ്പീഡായിട്ട് അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ ക്ഷീണം ഒന്നുമില്ലാതെ തന്നെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ പോലെ വർക്ക് ചെയ്യുന്നതിന് മാസം മാസം സാലറി ഒന്നും കൊടുക്കാത്ത തക്ക വിധത്തിൽ തന്നെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് കൊടുത്ത് റോബോട്ട് വാങ്ങിച്ചു വയ്ക്കുകയാണെങ്കിൽ അത് എന്താണ് കുറെ അധികം നാൾ വർക്ക് ചെയ്തോളൂ ഇപ്പം എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തെടുക്കാവുന്ന സംഭവമുള്ളൂ ഹ്യൂമൻ ബീങ്സിനെ പോലെ തന്നെ ഇങ്ങനെ മാസത്തിൽ രൂപ ശമ്പളമായിട്ട് ഇനി കൊടുക്കണം മറ്റു ആവശ്യമൊന്നുമില്ല അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എക്സാക്ട് ഹ്യൂമൻ ബീങ്സിനെ പോലത്തെ ഒരു റോബോട്ടിനെ റോബോട്ടിന്റെ പല സ്ഥലത്ത് പല രീതിയിൽ വളരെ അഡ്വാൻസ് ചെയ്യപ്പെടുന്നത് നടക്കുന്നുണ്ട് കാരണം കുറച്ചുകൂടി കോസ്റ്റ് ആയിട്ട് പല ഓർഗനൈസേഷനെ റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് റോബോട്ടിനെയൊക്കെ റോബോട്ടിന്റെ സർവീസ് ഹോട്ടൽസിലൊക്കെ പല ഹോട്ടൽസുകളും ഉണ്ട് അല്ലെങ്കിൽ തന്നെ പല ഹോസ്പിറ്റലിൽ റോബോട്ടുകൾ വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യപ്പെടുന്നുണ്ട് അല്ലാത്ത ഒത്തിരി ഫങ്ഷൻസ് ചെയ്യപ്പെടുന്നുണ്ട് ഇതിന് അപ്പൊ ഇവിടെയെല്ലാം തന്നെ ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്രെയിനിന്റെ ബിഹേവിയറിനെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെല്ലാം ഡിസൈൻ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിനെ ഡിസൈൻ ചെയ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഹ്യൂമൻ ബീയിങ്സിന്റെ ബ്രെയിനിന്റെ ബിഹേവിയറിന്റെ റിലേഷൻഷിപ്പിനെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും so in that way if you think in that way we can say that there will be drastic change will occur in the future in this neuropsychological assessment. Okay. So next we can discuss about some neuropsychological tests used in clinical setting, especially to assist the neurologist in dealing with the, the neurological problem manifested by neurological patients. Yes. Neurological stuff, an important component of assessment and treatment of uh, neurological conditions like brain injury, dementia, and uh, different kinds of psychological and psychiatrical disorders എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ടെസ്റ്റ് ന്യൂറോളജിസ്റ്റിന്റെ ആവശ്യത്തിന് മാത്രമല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ അത് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് പോലും അല്ലാത്ത രീതിയിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില ഡിസോർഡേഴ്സിന് നമ്മൾ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഉപയോഗിക്കാം so it's an also important tool for examining the effect of toxic substance like alcohol and drugs and some medical conditions on our brain function. എങ്ങനെയാണ് ചില ടോക്സിക് സബ്സ്റ്റൻസ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് ഡിറ്റോറിയേറ്റ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരാൾ ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ how this drugs affect the brain function that we can assess through this psychological sorry neuro psychological test or some um, medicine may affect the function of the brain. All these uh, we can assess. So neuropsychological approach relies on the use of the performance may indicate either focal or diffused brain damage. Performance ആണ് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും എല്ലാ സൈക്കോളജിക്കൽ ടെസ്റ്റും പെർഫോമൻസ് ആണ് നമ്മൾ അസ് ചെയ്യപ്പെടുന്നത് നോൺ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വളരെ പുവർ പെർഫോമൻസ് ആണെങ്കിൽ that indicate either a localized localize എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ബ്രെയിനിന്റെ ഒരു പർട്ടിക്കുലർ റീജിയണിൽ പർട്ടിക്കുലർ പോയിന്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് or there is a diffuse damage in the brain diffuse means wide spread ഒരു പർട്ടിക്കുലർ ഏരിയയിലല്ല ബ്രെയിനിന്റെ അതിൻ്റെ എന്താണ് മേജർ ഭാഗങ്ങളിൽ തന്നെ അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഈ പ്രോബ്ലം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഡാമേജ് ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ഇഞ്ചുറി സ്പ്രെഡ് ചെയ്ത് പോകും അപ്പോൾ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും or we can understand the diffuse or wide spread problem in the brain okay It uh, serve these uh, kinds of uh, assessments serve several purposes. First, it can give a neurocognitive profile of an individual identifying both strength and weakness. For example, spatial, spatial, sorry, spatial memory set against a background of above average above average ഐക്യമുള്ള ഒരാളുടെ സ്പേഷ്യൽ മെമ്മറി എങ്ങനെയാണ് some person may be above average in IQ but he may be poor in spatial memory അപ്പൊ അവിടെ നമ്മൾ വ്യക്തിയിലുണ്ടാവുന്ന സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വീക്ക്നെസ് മനസ്സിലാക്കും ഒരാൾക്ക് നല്ല ഹൈ ഐക്യു ഉണ്ട് അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേറ്റീവ് എബിലിറ്റി കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നല്ലോണം എബിലിറ്റി പക്ഷെ അയാളുടെ ഐക്യു തീരെ കുറവ് അപ്പൊ നമ്മളവിടെ സ്ട്രെങ്ത് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വീക്ക്നെസ്സും നമുക്ക് മനസ്സിലാക്കാം so it give the neurocognitive profile of an individual by identifying both strength and weakness സാധാരണ രീതിയിൽ ഇതിപ്പോ നമുക്ക് നോർമൽ പേഴ്സൺ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇനോർഗോമിനിറ്റി പ്രൊഫൈൽ മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ സ്ട്രെങ്ത് വീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് പേഷ്യന്റിനും നമുക്ക് ഉപയോഗിക്കും സാധാരണ ഒരാളിലും ഉപയോഗിക്കുക ഇപ്പോൾ ഒരാളൊരു ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൊമ്യൂണിറ്റി എബിലിറ്റിയാണ് പലതരത്തിലുള്ള കൊമ്യൂണിറ്റി ആണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊമ്യൂണിറ്റി എബിലിറ്റി ചിലപ്പോൾ നമ്മൾ ചില കാര്യത്തിൽ സ്ട്രോങ് ആയിരിക്കാം ചില കാര്യത്തിൽ വളരെ വളരെ പൂർ ആയിരിക്കും സ്പെഷ്യൽ മെമ്മറിയിൽ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് സ്പെഷ്യൽ മെമ്മറി വളരെ പൂർ ആയിട്ടുള്ള ആൾക്കാർ സ്പെഷ്യൽ മെമ്മറിയിലായാലും ഞാൻ എടുത്തു പറയാൻ കാരണം സ്പേഷ്യൽ മെമ്മറി വളരെ പൂറായിട്ടുള്ള ആളാട്ടോ ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത് അപ്പൊ അവിടെ എന്താണ് വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പൊ എനിക്ക് ഒരു സ്ഥലത്ത് വലിയ പരിചയമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തീരെ അൺഫെമിലർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ തിരിച്ചു പോരുക എന്നുള്ളത് നമ്മൾ വഴിയൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു പോരുക എന്നുള്ളത് അത്ര ഒരു സ്വന്തമായിട്ട് അതായത് മെമ്മറിയിൽ നിന്ന് തിരിച്ച് റീകളക്ട് ചെയ്യുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചുള്ള അത്ര ഈസി അല്ല അപ്പോ we can understand both this strength and weakness through this assessment and uh, second advantage is that repeated testing over the time can give an insight into the changes in cognitive function that may relate either to recovery after the accident or injury or the progression of a neurological illness ഒരു ഒരു കണ്ടീഷൻസ് എത്രമാത്രം പ്രോഗ്രസ് ചെയ്യപ്പെട്ടു പ്രോഗ്രസ് രണ്ട് രീതിയിലാവാം യെസ് പ്രോഗ്രസ് പോസിറ്റീവ് ആവാം or how the condition change in the negative man ഒരു രോഗം തുടങ്ങി നാല് മാസത്തിന് മുമ്പ് ചെയ്ത സമയത്ത് അയാളുടെ ന്യൂറോ കോഗ്നേറ്റീവ് കപ്പാസിറ്റി അല്ല ഇപ്പൊ ചെയ്ത കണ്ടീഷൻ വേഴ്സും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പൊ ആക്സിഡന്റ് ആക്സിഡന്റ് കഴിഞ്ഞ് ഒരു ഒരു മാസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ വന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നുള്ള കൊമ്യൂണിറ്റി എബിലിറ്റിനേക്കാളും ചിലപ്പോൾ ഇമ്പ്രൂവ് ചെയ്യാം വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടീഷൻസും വളരെ മോശമായിട്ട് പോകാം അപ്പോൾ ഒരു ന്യൂറോളജിക്കൽ ഇൽനെസ് കൊണ്ടോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് കൊണ്ടോ നമുക്ക് ഈ ഒരു ഉണ്ടാകുന്ന മാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് okay so this the primary aim of the psychology test ഇത് തന്നെ ഇനിയിപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റ് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അറ്റ് പ്രസന്റ് ന്യൂറോ കൊമ്യൂണിറ്റി പ്രൊഫൈലും how the neuro community function change in a particular situation, uh, we can assess by this uh, neuropsychological assessment. And the major goal of this uh, assessment is aim to determine a person's general level of cerebral functioning and to identify cerebral functions and localize it wherever it's possible. Or it's an attempt to provide an accurate and unbiased uh, estimate of person's uh, uh, cognitive capacity. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ കുറച്ചും കൂടി ഒന്ന് എന്താണ് ഒന്നും കൂടി ഒന്ന് എന്താണ് വൈഡായിട്ട് പറയുന്നു it is use to facilitate patient care and rehabilitation early assessment can provide information about the rate of recovery and the potential resuming a former lifestyle എത്രമാത്രം തിരിച്ച് കിട്ടുന്നുണ്ട് ഫോർമർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തിരിച്ച് കിട്ടുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും or rate of sorry uh we can understand the rate of recovery from the earlier condition. It can identify the presence of a mild disturbance in the case in which other diagnosis studies would use to echo the this. Example are the effect of the head trauma or the early symptoms of degenerative diseases. Mild disturbance of the case like ഇനി മൈൽഡ് ഡിസ്റ്റർബൻസ് ഉള്ള കേസുകളിൽ ഇപ്പൊ ബയോളജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് ഇപ്പൊ സ്കാനിങ്ങിന്റെ റിസൾട്ടോ അല്ലെങ്കിൽ എം ആർ ഐയുടെ അല്ലെങ്കിൽ ഇ ജിയുടെ റിസൾട്ടിൽ നിന്ന് കുറച്ചും കൂടി നമുക്ക് അതിനകത്ത് കാണപ്പെടാത്ത ചില കാര്യങ്ങൾ വളരെ മൈൽഡായിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണെങ്കിൽ എം ആർ ഐയിലൊന്നും ചിലപ്പോൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല മൈൽഡ് ഡിസ്റ്റർബൻസ് ആണ് by using this method we can identify even mild disturbance in cognitive function next is to identify the unusual brain organization that may exist in left handers or in the people who have suffered childhood brain injury ഇത് ഇപ്പൊ ഈ ലെഫ്റ്റ് ഹാൻഡ് സിസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിൻ എല്ലാവരിലോട്ടോ ചില ആളുകാരുടെ ബ്രെയിൻ ഓർഗനൈസേഷൻ തന്നെ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും സാധാരണ നമുക്കറിയാം റൈറ്റ് ഹാൻഡ് ആണ് മെജോറിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷന് റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാളുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫംഗ്ഷൻ ലെവലിട്ടോ അനാറ്റമിക്കലി അല്ലട്ടോ anatomically we all have the similar anatomical structure for the brain but functionally there may be a there may be ഇപ്പൊ സീക്വൻഷ്യൽ പ്രോഗ്രാമിംഗ് അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സീക്വൻഷ്യൽ പ്രോഗ്രാമിങ്ങിലോ ഹയർ ലെവലിൽ ഫംഗ്ഷനിലെല്ലാം തന്നെ എൻ്റെ ഓർഗനൈസേഷൻ സാധാരണ ആളുകളിൽ നിന്നും റൈറ്റ് ഹാൻഡേഴ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളതായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ചില left handers because some recovery functions may expect after the brain injury. This recovery must be documented not only with the rehabilitation in mind, but also to determine the effectiveness of any medical treatment, particularly for neoplasm or tumour or vascular abnormalities അപ്പോൾ റിഹാബിലിറ്റേഷൻ ഇപ്പോൾ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള റിഹാബിലിറ്റേഷൻ ഉണ്ട് ന്യൂറോ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റിഹാബിലിറ്റേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എത്രമാത്രം എത്രമാത്രം ഈ പേഷ്യൻറ്റിനെ റിഹാബിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ how far the patient is rehabilitated uh, or however, however the patient is uh, uh, recovered by this kind of medical treatment that also uh, that also determined by using this uh, method and Next is assessment assist the patients and patient's family to understand the patient's possible residual deficit so that realistic life goal and rehabilitation progress can be planned. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാര്യമായിട്ടുള്ള എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ by this assessment we can provide information to the patient's family how it will affect in later life. Thereby, a family can set a realistic goal for the. so various function for uh, this uh, assessment and by this uh, assessment we can provide the quantifiable data about the following aspect of cognition like the short-term and long-term memory, ability to learn, new skills and solve, ability for solving uh, problem, then uh, attention, concentration, distractibility, logical and abstract reasoning functioning, ability to understand express language, visual spatial organization and visual motor coordination, planning, synthesizing and organizing ability, uh, in this uh, uh, cognitive domain, these are the various aspects to be addressed by neuropsychological tests. Short term long term memory, number of learn general skill, problems solving, attention, concentration, distractibility, reasoning capacity. Almost all cognitive ability we can understand. And it also provides the dementia specific data. It helps to identify strength and weakness of the cognitive capacity, describe and identify the changes in psychological functioning in terms of presence or absence and severe. എത്രമാത്രം സിവിയർ ആണ് പ്രോബ്ലം എത്രമാത്രം സിവിയർ ആണെന്ന് നമുക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ പ്രസന്റ് ആണോ ആബ്സെന്റ് ആണോ എന്ന് മനസ്സിലാക്കുക these data result in accurate clinical diagnosis and grading of clinical severe അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നതോടുകൂടി ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം വരുന്ന സമയത്ത് ഒരു ന്യൂറോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അടുത്ത് അല്ലെങ്കിൽ case is referred to a uh, neuropsychologist. The neuropsychologist, after uh, procedure, testing procedure, gives a report to the neurologist that help. This report helps the neurologist to uh, to to make an accurate diagnosis and grading of the severity of the clinical problems. എത്രമാത്രം സിവിയർ ആണ് ഇപ്പൊ മൈൽഡ് പ്രോബ്ലംസ് ആണുള്ളത് മൈൽഡ് ഡെമൻഷ്യ ആണുള്ളത് അല്ലെങ്കിൽ മൈൽഡ് അൽഷിമേഴ്സ് ആണോ അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജ് ആണോ അൽഷിമേഴ്സിന്റെ ബിഗിനിങ് സ്റ്റേജ് ആണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡയഗ്നോസ് ചെയ്യാനായിട്ട് ന്യൂറോളജിസ്റ്റിനെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നു ഡയറക്റ്റ് ആയിട്ട് പല കേസും ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കേസും നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റണമെന്നല്ല we can assist because we can assist neurologists in diagnosing and uh, understanding the level or severity of the problem. Okay. After neuropsychological test, determine the biological correlates of test result, detection, gradation, and localization of brain damage. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഗ്രേഡ് ചെയ്യാൻ പറ്റും ഏത് ഏരിയയിലാണ് ലോക്കലൈസ് ചെയ്യാൻ പറ്റും damage determining whether changes are associate with neurological disease psychiatric condition developed disorder or non neurological conditions ഒരു problem Is it uh, due to neurological, psychiatric condition, development, or non-neurological condition? You can assess change over time and developing a prognosis, offering guidelines for rehabilitation process, rehabilitation procedure, providing guidelines for family, first education, and career. The person who is undergoing particular neurological man. also for planning the discharge and the treatment implementation organisation for neurologist ഇനി നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില ടെസ്റ്റുകളാണ് uh, ഇതാത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എല്ലാ ടെസ്റ്റും നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല we are discussing only important test test ഒന്ന് മനസ്സിലാക്കാനാണ് representative sample of the test use intelligence its cultural function neurological assessment. Bachelor Adult Intelligence Shipley Institute of Living Scale, Wisconsin card sorting test for test അതെല്ലാം തന്നെ ഇന്റലക്ച്വൽ കൺസെപ്റ്റൽ ഫംഗ്ഷനിങ് നോക്കണം for the memory functioning like special memory scale Rey auditory verbal learning test Rey consonant triggering sorry trigram test then cowboy story reading memory test language functioning, narrative writing sample, test of verbal fluency, visual perception, perceptual functioning, Kawan experience, automobile for sale, parietal lobe, for organization, for academic skill, and rate of uh, achievement test, then self-control motor functions like uh, what was maze, stroop color, work, uh, juria, three-step motor program, finger tapping, etc. അങ്ങനെ ധാരാളം ടെസ്റ്റുകൾ ഉണ്ട് we discuss only the important test among or most commonly used neuropsychological tests. Neuropsychological tests uh, include both individual tests and battery. Battery means number of sub test അങ്ങനെയാണ് നമ്മൾ ബാറ്ററി എന്നത് പല പല സബ് ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ബാറ്ററി ഉണ്ടാക്കുന്നു അതാണ് ബാറ്ററി ടെസ്റ്റ് ഇനി ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ടെസ്റ്റ് മാത്രം ഒറ്റ ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ആ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെൻറ്റുകൾ yes In test battery, the most commonly used test battery for neuropsychological assessment is uh, Luria Nebraska neuropsychological battery and uh, Halstead Reitan battery പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് ടെസ്റ്റുകളാണ് Luria and Halstead Reitan battery then for individual test Wechsler memory scale Wisconsin card sorting test then Benton visual retention test ഇത്രയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ധാരാളം ടെസ്റ്റുകളുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ നേരത്തെ കാണിച്ച പ്രധാനപ്പെട്ട ടെസ്റ്റുകളിൽ ക്ലിനിക്കലായിട്ട് യൂസേജ് ഉള്ള ടെസ്റ്റുകളാണ് ഇത് അല്ലാതെ ധാരാളം ടെസ്റ്റുകളും ഉണ്ട് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സമയമില്ല മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റുകളാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഓരോ ടെസ്റ്റിനും Luria, first one that is Luria Nebraska Neuropsychological Battery. It is uh, developed by Charles Goldstein in 1981. It is it can be used with the age a- 8 to 12. It identify mainly neuropsychological deficiency in the children. It evaluate learning, experience, and cognitive skill. It has 269 items. ഒരാളുടെ ലേണിംഗ് കപ്പലിലായി എൻട്രി ചെയ്യപ്പെടുന്നത് part of the course. This uh, scales uh, 269 Like motor scale rhythm tactile will receptive speech expressive speech writing reading arithmetic memory intellectual process pathognomonic hemisphere and ഇത്രയും സ്കെയിലിൽ ഈ ബാറ്ററിയിൽ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇത്രയും സബ് ടെസ്റ്റുകൾ ഉണ്ട് ഈ ബാറ്ററിയിൽ ഒന്നാണ് ടു സിക്സ്റ്റി നയൻ ഐറ്റം ഇതിനകത്ത് ഉള്ളത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് we can evaluate learning experience and community skill of a person. This test is used, mainly used to diagnose or determine the nature of the cognitive environment, including the location of the brain damage, and to understand the patient's brain structure and abilities. Also to pinpoint the cause of the behavior, behavior. It also helps to planning the treatment procedure കൃത്യമായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും എവിടെയാണ് കൊഗ്നിറ്റീവ് ഇമ്പയർമെന്റ് എങ്ങനെയാ എന്താണ് ഒരു കൊല്ലി എന്താണ് മനസ്സിലാക്കുന്നത് certain condition we can locate the area is the damage ഏത് ഏരിയയാണ് ഡാമേജ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഈ സ്ട്രക്ചർ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബ്രെയിനിന്റെ മൊത്തം കപ്പാസിറ്റി മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ പിന്നിലുള്ള കോഴ്സും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ പ്ലാൻ ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് പലപ്പോഴും ക്ലിനിക്കൽ ബേസിൽ നമ്മൾ യൂസ് ചെയ്യാം so Luria is very important and most commonly use as test all over the the world. India we are also are also, neuropsychologists are also using this test uh, the patient neuropsychological capacities, whether it is strength or weakness. Another important test is back or a number of subtests that is uh, is rated by by what he has said. This is used to evaluate individual with suspected brain damage. നേരത്തെ നമ്മൾ പറഞ്ഞ കേസിനേക്കാളും കുറച്ച് പ്രോബ്ലം കേസ് നോക്കാനാണ് ഈ ബാറ്ററി ഉപയോഗിച്ചത് ഇത് provide useful information for the cause of the damage close head injury alcoholic abuse Alzheimer disorder etcetera closed head injury എന്ന് ഉദ്ദേശിക്കപ്പെടുന്നത് പുറമേ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഹെഡ് ഇഞ്ചുറി ഒന്നും ഇല്ല ഉള്ളിലെ ഭാഗത്ത് എവിടെയെങ്കിലും ചെറിയ ഇഞ്ചുറി ഉണ്ടാകും അകത്തുള്ള injury in certain case may not be detected by the scanning method വളരെ ചെറിയ ഒരു ഇഞ്ചുറി ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഇഞ്ചുറി പുറമേ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഫോട്ടോഗ്രാഫിക് ഇമേജിലെ പതിയാത്ത പല ഇനാണ് കേട്ടോ അപ്പൊ ഈ സ്കാനിങ്ങിൽ തന്നെ പല പ്ലെയിനാണ് കാരണം പ്ലെയിൻ്റെ സ്ട്രക്ചർ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ ഷേപ്പ് തന്നെ അപ്പൊ നമ്മൾ പല പ്ലെയിനിൽ നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു ഒരു ഇങ്ങോട്ട് കിട്ടാൻ അവസാനം പക്ഷെ ഈ പ്ലെയിനിൽ ഒന്നും കിട്ടാത്ത ചില ഏരിയയിൽ ഉണ്ടാകുന്ന വട്ടങ്ങളെ ക്ലോസ് ബാറ്ററിയിലൂടെ ഫങ്ഷൻ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് and it also relates to which part is damaged, whether occurred during the childhood development or whether it is getting worse or staying in the same condition or getting better. നേരത്തെ സംഭവിച്ചൊരു കാര്യങ്ങൾ ഇപ്പോൾ ഡെവലപ്മെന്റലായിട്ട് ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ സംഭവിക്കാം ന്യൂറോ ജനറേറ്റ് സംഭവിക്കുക പ്രോഗ്രസീവായിട്ട് സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും overall we can understand the current conditions of these problem And this test uh, include the subtest like uh, uh, uh subtest of uh, trial. It has parts A and B. Measure time to connect a sequence of numbers making part or an alternating numbers and letter that is prime making part B. Prime making രണ്ടെണ്ണം ഉള്ളത് അതായത് സീക്വൻഷ്യൽ ആയിട്ട് നമ്പർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ടൈമും നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില ടാസ്ക് ടെസ്റ്റ് പിന്നെ പ്രൈം പാർട്ട് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് നമ്പേഴ്സ് ആൻഡ് ലെറ്റർ ചില സമയത്ത് നമ്പർ കൊടുക്കും ചില സമയത്ത് ലെറ്റർ കൊടുക്കും ആദ്യം നമ്മൾ മാത്രമാണ് കൊടുക്കും കൊടുത്തത് രണ്ടാമേക്കിംഗ് പാർട്ടിൽ ഓർഡർ ചെയ്തിട്ട് ലെറ്റർ കൊടുത്തത് എങ്ങനെയാണ് how this individual how the patient connect with this uh, sequence of the number or sequence of the letters. These two subtest included in trial making test both uh, both A and next last category test in counting factor, a association reasoning factor, a proportional reasoning factor, and an incidental memory factor. Counting fact counting അതായത് എത്രമാത്രം സ്പീഡായിട്ടാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് സ്പേഷ്യൽ പൊസിഷൻ റീസണിങ് ഫാക്ടർ ഓരോ പൊസിഷനിലും സ്പേസ് ലെവൽ വരുന്ന പൊസിഷൻസ് കൃത്യമായിട്ട് റീസൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് പ്രൊപ്പോർഷണൽ റീസണിങ് ഫാക്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റീസണിങ് തന്നെ എത്രമാത്രം പ്രൊപ്പോർഷലേറ്റ് ആയിട്ട് വരുന്നു അതുപോലെ തന്നെ ഇൻസിഡന്റൽ മെമ്മറി ഇൻസിഡന്റൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചതിനെ കുറിച്ചിട്ടുള്ള മെമ്മറിയാണ് ഇൻസിഡന്റ് മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ സംഭവിച്ചുള്ള ഏതെങ്കിലും ഇൻസിഡന്റിനെ പറ്റിയിട്ട് നമുക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത്രയും ടാസ്കുകളാണ് രണ്ടാമത്തെ സബ് ടെസ്റ്റിലുള്ള ഹൈ സ്റ്റേഡ് കാറ്റഗറി ടെസ്റ്റിലുള്ളത് and next tactual performance tactual sensation tactual എന്താണെന്ന് അറിയാലോ സ്കിൻ റിലേറ്റഡ് സെൻസേഷൻ ആണ് ടാക്ച്വൽ സെൻസേഷൻ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മൾ സ്പർശനത്തിലൂടെ പെർഫോം ചെയ്യപ്പെടുന്ന ചില സബ് ടെസ്റ്റുകളാണ് അതിനകത്ത് വരുന്നത് സീഷോർ റിതം ടെസ്റ്റിൽ സീഷോർ മ്യൂസിക്കൽ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കുന്ന ഒരു ടെസ്റ്റാണ് സീഷോർ മ്യൂസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു ടെസ്റ്റാണ് ഒരാളെ മാത്രം മ്യൂസിക് ഉണ്ടെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും അതിനകത്ത് വരുന്ന ഒരു സബ് ടെസ്റ്റാണ് റിതം ടെസ്റ്റ് എന്ന് പറയുന്നത് ആ സീഷോർ റിതം ടെസ്റ്റ് ഈ ബാറ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ് ടെസ്റ്റ് കാസ്റ്റേഡ് റേറ്റും ബാറ്ററിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് then another test is speech sound perception test speech sound നമുക്ക് കൃത്യമായിട്ട് പെർസീവ് ചെയ്യിക്കുന്നുണ്ട് then finger oscillation test another important sub test then sensory perception examination lateral dominance examination ഇതെല്ലാം അതിനകത്ത് വരുന്ന ഓരോ ടാസ്ക് ഓരോ ടാസ്ക് കൊടുത്തിട്ട് ഇതെല്ലാം പരിശോധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇതിനകത്ത് കൊള്ളാം അപ്പോൾ ട്രയൽ മേക്കിംഗ് കാൽ സ്റ്റഡി ക്രിയേറ്റ് ആക്ച്വൽ പെർഫോമൻസ് ഷീഷോ സ്പീച്ച് സൗണ്ട് ഫിംഗർ ഓസിലേഷൻ ഇത് sensory lateral dominance lateral dominance left ആണോ റൈറ്റ് ആണോ ഹെമിസ്ഫിയർ ഏത് ഏത് ഹെമിസ്ഫിയർ ആണ് ഡോമിനേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നോക്കുന്നതാണ് ഫങ്ഷൻ ലെവൽ അപ്പൊ ഇവിടെ എല്ലാ നേരത്തുള്ളതെല്ലാം മനസ്സിലാക്കുന്ന സമയത്തിന് തന്നെ നമുക്ക് പലപ്പോഴും ഒരു ബ്രെയിൻ ഡാമേജ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഫങ്ഷനിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള് അതുപോലെ നമുക്ക് പറയാം എവിടെയായിരിക്കാം ഡാമേജ് സംഭവിച്ചിട്ട് ഉള്ളത് എന്ന് നമുക്ക് അസസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും പറ്റുമെന്നുള്ളതാണ് then so these are these two important and state two these are very commonly used, especially is, low Luria And uh, next, uh, in the category of, category of the in vitro test, will test model. In this test, there are uh, different tests which include different subtests. First is Wechsler scale. It was developed by the David Wechsler as, as uh, sorry, uh, like that the uh, intelligence design measure different function pool. So when uh, intelligence capacity eh, sorry intelligence test uh, develop all the develop either to lower test and uh, WMS special memory this it can be used for anyone in the age range of 16 to 19 and the current eh, eh, version that is WMS 4 uh, edited in, sorry, uh, revised in 2009 is available now. And this test, WMS made up of 17 subtests. ഇതല്ല ഓരോ ടാസ്ക് ആണ് കേട്ടോ uh, ഓരോ ടാസ്ക് കൊടുത്തതിന് ശേഷം ചെയ്യുന്നതാണ് എൻ്റെ കയ്യിലൂടെ ഇരിപ്പുണ്ട് പക്ഷെ എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ഇത് വെറുതെ കാണിച്ചിട്ടും കാര്യമില്ല ഇത് ചെയ്താലേ കാര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് എടുക്കാത്തത് ഇരിപ്പുണ്ട് ഭക്ഷണമന്ത്രി മെമ്മറി ആയാലും ഉറിയൊക്കെ ഇരിപ്പുണ്ട് പക്ഷെ നമുക്കൊരു ഡയറക്റ്റ് ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിക്കാം ഇതിപ്പോ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് കാണിച്ചു കഴിഞ്ഞാൽ ചെയ്ത ചെയ്തെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പിന്നെ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല സാധാരണ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ടാവാറുണ്ട് yes so here this test is made up of seventeen sub test this is first one that is spatial addition symbol span, design memory, general cognitive screener, logical memory 1 and 2, verbal paired associate 1 and 2, and visual repro- uh, and visual reproduction 1 and 2. So performance on these different uh, subtests are scored as five indexes. ഇതിൽ നിന്ന് കിട്ടുന്ന പെർഫോമൻസിൽ കിട്ടുന്ന സ്കോറ് ഈ സ്കോർ വെച്ചിട്ട് നമ്മൾ അഞ്ച് ഇൻഡെക്സിസ് ഉണ്ടാക്കാം ഡിഫറെൻ്റ് ടൈം ഇൻഡെക്സ് ഉണ്ടാക്കാം index for auditory memory visual memory visual working memory immediate memory and delayed memory auditory memory എന്ന് പറയാം അറിയാം നമുക്ക് ഓഡിറ്ററി ലെവലിൽ എത്രമാത്രം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതാണ് ഓഡിറ്റർ മെമ്മറി വിഷ്വൽ മെമ്മറി അതുപോലെ തന്നെ കണ്ട കാര്യങ്ങൾ എത്രമാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വിഷ്വൽ വർക്കിംഗ് മെമ്മറി കണ്ടൊരു കാര്യം നമുക്ക് അത് മാറ്റി നിർത്തിയതിന് ശേഷം അത് നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് വർക്കിംഗ് മെമ്മറി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വർക്കിംഗ് മെമ്മറി നിന്ന് എടുത്തിട്ട് എത്രമാത്രം ആ കപ്പാസിറ്റി എന്നുള്ളത് ഇമ്മീഡിയറ്റ് മെമ്മറി പെട്ടെന്ന് തന്നെ നമ്മൾ റീകളക്ട് ചെയ്യപ്പെടും ഡിലേഡ് മെമ്മറി ഡിലേഡ് എന്ന് പറഞ്ഞാൽ after some time after some time is given for the individual and he's സസ് to recollect or recall the task or the or collect the already seen picture except അപ്പൊ ഇങ്ങനെ അഞ്ച് ഇൻഡെക്സിൽ നിന്ന് നമുക്ക് ഒരാളുടെ മെമ്മറി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് memory related generate deserve the team members. This is the differential diagnosis. For example, a patient that is, that uh, is uh, 17, 17 or 18 years is, uh, is manifesting some, some psychological problem and uh, he comes for a consultation with the psychiatrist. So the psychiatrist uh, have the doubt Here's the doubt that whether it is due to depressive features or due to dementia. അപ്പം ഡെമൻഷ്യ ഉണ്ടെങ്കിൽ പോലും ഡെമൻഷ്യയുടെ ചില ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ മെമ്മറി കാര്യമായിട്ട് ഇമ്പയർമെന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾ ഡിപ്രസ്ഡ് ആയി പോകും അപ്പോൾ ഇത് ശരിക്കും മേജറായിട്ട് ഡിപ്രസീവ് ഡിസോർഡർ ആണോ or is it due to the neurological problem of neurological problem which result from the dementia അപ്പോൾ ഒരു സംശയം വരും ഡെമൻഷ്യയാണോ ഡിപ്രഷനാണോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ സംസ് he may referred for the neurologist for the further evaluation oh he may he may referred for a neuro psychological assessment to diagnose it accurate അപ്പോൾ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് അപ്പോൾ നമുക്കൊരു സംശയം വരുന്നുണ്ട് ഇത് ഇത് ഇത് ഏതാണ് ഡെമൻഷ്യ കൊണ്ട് ഒരാൾ ഡിപ്രസി ഫീച്ചേഴ്സ് കാണിക്കുന്നതാണോ പൊതുവെ പറഞ്ഞ ഒരു ഒരു പർട്ടിക്കുലർ ഏജ് വരുന്ന സമയത്ത് ഓൾഡ് ഏജിൽ വരുന്ന സമയത്ത് ഡിപ്രഷൻ്റെ എല്ലാ സിംറ്റംസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് കൊഗ്നേറ്റീവ് ഇമ്പയർമെന്റ് കൊണ്ട് സംഭവിക്കാം അല്ലെങ്കിൽ സൈക്കാട്രിക് പ്രോബ്ലം ആയിട്ടുള്ള ഡിപ്രഷൻ കൊണ്ട് സംഭവിക്കാം അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷനില് കൃത്യമായത് ആണോ or neurological whether it is due to psychiatric problem of depression or neurological problem of dementia. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഡബ്ല്യു എം എസ് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് പ്രത്യേകിച്ച് പ്രായമായ ആൾക്കാരിൽ പ്രായമായ ആൾക്കാരിൽ മെമ്മറി പ്രോബ്ലം വലിയൊരു ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ ന്യൂറോളജിക്കൽ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ സൈക്കാട്രിക് ഒരു കൺസൾട്ടേഷനോ ഒക്കെ എടുക്കുന്ന സമയത്ത് മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ കറണ്ട് മെമ്മറി സ്റ്റാറ്റസ് എന്താ അറിയാനായിട്ട് they may refer for a neuro psychology classes So that is uh, WMS. Another uh, test uh, is Wisconsin card sorting test. It is generally used to measure the frontal lobe dysfunction or in patient with acquired brain injury, degenerative disease, or mental illness such as schizophrenia. In this uh, test, a number of stimulus cards are present to the patient. Figure on the cards differ with respect to color, quantity, and shape. The um, patient is asked to match the card, but not how However, he or she is taught right or left കടന്നു this is four cards and these uh, are having different uh, different and uh, uh, different form pattern വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ നമ്പർ വ്യത്യാസം സബ്ജക്റ്റിനകത്ത് ഈ നാല് കാർഡിങ്ങിന് പറ്റിയതിന് ശേഷം മറ്റുള്ള കാർഡുകൾ കുറെ കാർഡുകൾ ഉണ്ടാകാം കാർഡുകൾ എടുത്തതിന് ശേഷം ഏതെങ്കിലും so the subject is presented with four stimulus card ഇതാണ് നമ്മുടെ സ്റ്റിമുലസ് കാർഡ് എന്ന് പറയുന്നത് bearing the design that different card form and number of elements, number of uh, pattern in the card. He is asked to sort the card into piles in front of one or, or another. Stimulus card ആണ് സ്റ്റിമുലസ് കാർഡില് മറ്റുള്ള കാർഡ് മാറ്റി വെച്ചിരിക്കുന്ന കാർഡുകൾ ഓരോന്നിനും മുമ്പിൽ ചെന്നിട്ട് ഏതെങ്കിലും രീതിയിൽ സോർട്ട് ചെയ്യാനും only help given by by the uh, psychologist to the subject is to be told whether the choice is correct or incorrect. The test work on the following principle that correct solution is first, for example, color. When the subject has figured out the solution, the correct so- solution then be garnished, he may change it to the form. Thus, the subject must now in his class in the cards on the card. He may pick it to the form. When the subject has succeeded at by form, the corrective spelling again change unexpectedly. This time to the number of elements. It will later be color again and so on. എന്ന് പറഞ്ഞ എത്ര കാർഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ ഫയൽ ചെയ്യാനായിട്ട് ഓരോന്നിങ്ങനെ എടുത്തിട്ട് ഫയൽ ചെയ്ത് വെക്കാനായിട്ട് നോ- നോക്കുന്ന സമയത്ത് കളറിനനുസരിച്ചിട്ട് ആടിനെ ഫയൽ ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് എക്സ്പെരിമെന്റ് റൂട്ടിനെ തന്നെ പറയും നിങ്ങൾ ചെയ്യണത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ തെറ്റാണെന്ന് പറയുന്ന സമയത്ത് ഒരു സംശയം വരും എങ്ങനെ ചെയ്യണേ നേരത്തെ പറഞ്ഞു കൊടുക്കുക തെറ്റാന്ന് പറയുന്ന സമയത്ത് സംശയം വരുന്ന സമയത്ത് പിന്നെ അയാൾ ചെയ്യാൻ പോണത് ഈ ഷെയ്പ്പ് അനുസരിച്ചായിരിക്കും ഫോം അനുസരിച്ചായിരിക്കും ഇത് ചെയ്യാൻ പോണത് അപ്പോൾ കളർ എന്ന് പറയുന്ന സംഭവം മാറ്റി വെച്ചിട്ട് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ള സംഭവമെല്ലാം ഇതിന്റെ ഇതിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു ഈ ഫസ്റ്റ് കാർഡിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു അല്ലെങ്കിൽ സ്റ്റാർ ഉള്ളതെല്ലാം സെക്കൻഡ് കാർഡിന്റെ ഫ്രണ്ടിൽ വയ്ക്കുന്നു ഇനി പ്ലസ് സൈൻ ഉള്ളതെല്ലാം ഇവിടെ വയ്ക്കുന്നു സർക്കിൾ ഉള്ളത് അതാണ് ഉടനെ തന്നെ സബ്ജക്റ്റ് സോറി ആ the experimenter may change the sorting criteria ഈ ക്രൈറ്റീരിയ അല്ല എന്ന് പറയും അപ്പൊ പിന്നെ അയാൾ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളത് number of the elements in the card എത്ര എണ്ണമാണ് ഉള്ളത് ഇപ്പൊ ഒരു ഫസ്റ്റ് അത് കാണുന്ന നമ്മുടെ സമയത്ത് ഉള്ളത് ഒരു സർക്കിൾ അപ്പൊ ഈ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളത് ഒരു ഫോം മാത്രമേ ഉള്ളത് അനുസരിച്ച് എഴുതും ഇതിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും അത് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഈ രീതിയല്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന രീതി ഞാൻ ഉദ്ദേശിച്ച സോർട്ടിംഗ് കാറ്റഗറി ഇങ്ങനെയല്ല സോറി സോർട്ടിംഗ് ക്രൈറ്റീരിയ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇവിടെ ഈ വിക്കാൻസൺ ഈ ടെസ്റ്റിലുള്ളത് ഈ ഈ വിസ്കോൺസിനിൽ സോറി മാറിയിട്ട് ഉം, പേര് നോക്കി ആ യെസ് ഈ ടെസ്റ്റിലുള്ളത് So this test help to understand the frontal lam- uh, frontal lobe damage. Generally, he learn to sort much more slowly than normal subject. But in particular, they make more preservative errors meaning that they can continue the sort according to the previous matching criteria uh, though it not no though it no longer it, it no longer applies okay ഇവിടെ സാധാരണ ഫ്രണ്ട് ലോബ് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ ഡാമേജ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടെസ്റ്റ് ചെയ്തിട്ട് സാധാരണ നോർമൽ സബ്ജക്റ്റ് ചെയ്യുന്ന വളരെ സ്ലോ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഈസി ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടൽ ലോബ് ഫ്രണ്ടൽ ലോബിലാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത് ഏഹ് നമ്മുടെ കമ്മ്യൂണിറ്റി മെയിൻ സംഭവങ്ങളെല്ലാം എല്ലാം പ്ലാൻ റീസണിങ് അതുപോലെ തന്നെ ജഡ്ജിങ് ഇതെല്ലാം നടക്കുന്നത് ഇവിടെയാണ് അപ്പൊ എന്താണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത് പെട്ടെന്ന് തന്നെ ഇയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല സബ്ജക്റ്റ് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സബ്ജക്റ്റ് കൈമാറി he also make more perseverative error perseverative error എന്ന് ഉദ്ദേശിക്കുന്നത് ഒരേ എയർ തന്നെ ഇപ്പൊ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ല ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ ക്രൈറ്റീരിയ തന്നെ ഉപയോഗിക്കാം meaning that they continue to sort according to previous matching criteria even though it low low Wisconsin, Wisconsin carcinogen test has become one of the standard clinical tests for identifying frontal lobe injury. Front ലോബിൽ കാര്യമായിട്ടുള്ള ഇഞ്ചുറി സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഒരു റോഡ് ആക്സിഡന്റ് അങ്ങനെ ഫ്രണ്ടൽ ലോബിന് കാര്യമായിട്ട് ഇഞ്ചുറി സംഭവിച്ചിട്ട ഒരാളാണെങ്കിൽ ഈ കാർഡ് സോട്ടിംഗ് ടെസ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും വളരെ സ്ലോ ആയിരിക്കാം പെർസർവേറ്റീവ് ആയിരിക്കാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ക്രൈറ്റീരിയ തെറ്റാണെന്ന് പറഞ്ഞ കൊടുത്തല്ല അയാൾക്ക് ഷിഫ്റ്റ് ചെയ്യാം പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയായിരിക്കാം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഇവിടെ ജസ്റ്റ് വന്നിട്ട് അപ്പൊ ഇവിടെ ആളെ സംബന്ധിച്ചിടത്തോളം his is not able to flexible in sorting the card പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു whereby understand whether the patient is having frontal lesion or any kind of frontal lobe mm, uh, injury that may cause the mm, problem in manifestation of the executive behavior. Okay, that is uh, Wisconsin car test and another test that is പോയോ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാത്ത കാരണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് Next is bend visual retention test. This is the So this is the last test that we are going to discuss. It is widely used test to measure visual perception and visual memory. Now its uh, fifth edition is uh, available. When we used for the people from the age eight years to adulthood. to put. Pendant visual retention test is composed of of foam, Each set has 10 design, that is printed in a card of size 8.5 and 5.5 inches. Individual examining patient is is a one just used one aspect on a paper from for her memory. Okay card കാണിച്ചു അതിന്റെ സാമ്പിൾ നമുക്ക് പറയാം ഓക്കെ ഇതിന്റെ എല്ലാ ഇതിലും കേട്ടോ ഞാൻ ഈ ഒന്നോ രണ്ടെണ്ണത്തിന്റെ മാത്രം കാർഡാണ് ഈ കാണിക്കുന്നത് അതായത് സെറ്റിൽ ഓരോ സെറ്റിൽ പത്തെണ്ണം വെച്ചിട്ടുണ്ട് അപ്പൊ ആ പത്തില് രണ്ട് സെറ്റിലെ ഓരോ കാർഡ് വെച്ചാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെയുള്ള കാർഡ് കാണിക്കുന്നു ആൻഡ് ദി പേഷ്യൻ്റ് ഈസ് ആസ് to draw this then ദി മെമ്മറി ആക്ച്വലി ഇതാണ് ഇതിന്റെ പ്രൊസീജിയറിന്റെ വിഷ്വൽ ടെസ്റ്റിന്റെ റിലേഷൻ ടെസ്റ്റിന്റെ അല്ലെങ്കിൽ ബി ഒ ഡിയുടെ ഫീച്ചർ പറയും ബെൻഡൻ ടെസ്റ്റിന്റെ procedure this test is <clears throat> yes and uh, scoring for this test uh, uh, can be done in two ways. First method is uh, uh, count of uh, uh, correct uh, design the approach. Total score is calculated based on all or nothing approach. The awarded if the production of the design match the original. Number of the correct design the patient produce replacement. Second method is number of the error score is calculated based on number and type of error made for each. And this error can be again categorized like uh, omission. Uh, designs വരയ്ക്കാനായിട്ട് omit ചെയ്ത് വിട്ട് വിട്ട് then there may be some kind of distortion. Distortion in design or preservation ഉപയോഗിക്കുന്നത് ഒരു ഡ്രോയിങ് തന്നെ പിന്നെ അതുപോലെ തന്നെ ഉപയോഗിച്ചു അപ്പോൾ ഒരു ഡിസൈൻ കാണിച്ചതിന് ശേഷം വേറെ ഡിസൈൻ കാണിച്ച വരച്ചതുപോലെ തന്നെ പിന്നെയും വരച്ചു റൊട്ടേഷൻ റൊട്ടേഷൻ തല വരച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി തിരിച്ചു വരച്ചിരിക്കുന്നു ഡിസ്പ്ലേസ്മെന്റ് ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ആ പടത്തിൽ നമ്മൾ ഡോട്ടുകളൊക്കെ കൊടുത്തു ഈ ഡോട്ടൊക്കെ സൈസ് സൈസ് ഒറിജിനൽ സൈസിൽ നിന്ന് വളരെ വലുതാക്കിയിട്ടോ അല്ലെങ്കിൽ വളരെ ചെറുതാക്കിയിട്ടോ this errors are counted for uh, score. Method is a response made the subject. Second is number of errors committed different forms by the subject. These scores are then be compared to several set of normative data available in the എന്ന് പറഞ്ഞാൽ ഓരോ കാര്യത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ജെൻഡറിനനുസരിച്ച് ഇതിനനുസരിച്ചിട്ട് കിട്ടുന്ന സ്കോർ രണ്ട് രീതിയിൽ കിട്ടുന്ന സ്കോർ ക്വാണ്ടിറ്റേറ്റീവ് സ്കോർ മറ്റേ സ്കോർ നമ്പർ എത്ര സ്കോറാണ് ഹൗ മച്ച് ഹൗ മെനി കൈതി subjects The quantitative, qualitative uh, score എടുത്ത് psychologist may come uh, know that or norms are the, uh, the manual and he uh, conclude uh, conclude uh, whether this is uh, some problem uh, in his uh, cognitive function നമ്മൾ ചെയ്യുന്നുണ്ട്. രണ്ടും ആണ് ഒരു ഒരു നോംസിൽ മാനുള്ള നമ്മൾ this test is commonly used for many uh, this test is uh, very sensitive for brain impairment and disease but it helps to know sepsis brain impairment bit, but uh, you cannot diagnose problem, but in a big problem patient. From, from uh, right certain situation, it can be used to detect the brain trauma in parietal. Uh, it will be used for the dementia of brain lesion, lamina, or broken the migraine. disease it has been shown negative have shown to be greatly reduce an individual's score. It can also use to help and the learning abilities for the children. വേറെ സ്കോർ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിൽ പോലും നമുക്ക് സംശയം അതുപോലെ തന്നെ അജീമർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും and use for identifying positive children. സാധ്യത ഒരു എൽ ഡി നമുക്ക് ഈ ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞ ഇത് എക്സാക്ട് റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഏഹ് നമ്മൾ നോക്കിയിട്ട് എക്സാക്ട് റിപ്പീറ്റ് ചെയ്യും ചിലതൊക്കെ ചിലപ്പോഴാകാം ചിലതിൽ ചിലപ്പോൾ എററൊക്കെ വരാം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പ്രശ്നം നല്ലത് This uh, score is compared for, on the basis of and uh, the um, average norm set by the uh, set by the uh, psychologist who developed this uh, test. Okay, this ഇതാണ് ബെൻഡൻ വിഷ്വൽ റീടെൻഷൻ ടെസ്റ്റ് പ്രധാനമായിട്ടുള്ള മൂന്ന് ടെസ്റ്റ് സ്പെഷ്യൽ മെമ്മറി വിക്കോൺസിനും അതുപോലെ തന്നെ ഇന്റർവിസ്റ്റും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററി അതിൽ ലൂറിയും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് മാത്രമല്ല നമ്മൾ ഈ നേരത്തെ കാണിച്ച പോലെ പി പി കാണുന്ന നമുക്ക് even also use special scale indexing uh, society English ധാരാളം ടെസ്റ്റുകളുണ്ട് ഇത്രയും ടെസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള ടെസ്റ്റ് മാത്രമാണ് നമ്മൾ ലെറ്റിലും വേറെ ടെസ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ടെസ്റ്റ് മാറി എന്നൊക്കെ പറഞ്ഞിട്ട് ടെസ്റ്റുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട് test So by this test, we come to the question of neuropsychological or come to the uh, for this uh, diagnostics. Okay. So we will uh, from uh, what we have discussed today. We discussed very different uh, the how the brain, how the uh, thinking about the study of the brain and its related with the behavior, the concept of mind, then the function, structure and function of the brain, the brain's uh, attempt to study brain using different experimental approach and uh, progress in understanding brain function. Then we discussed various uh, characteristics that may be <coughs> sorry that may cause <coughs> problem in behavior and we discussed various uh, biological thirds animated, and the potential. Also, thing the brain normal we understand the relationship, or our brain is control our behavior, and then we discuss the purpose of the neuropsychological test. What are the uh, aspects that we discussed, sorry, that we uh, addressed by different stakeholders, and the major stakeholders. Then we the most commonly used batteries and testing, clinical response for psychotistic differential diagnosis, and for management of the treatment procedure or rehabilitating the patient, rehabilitating neurological patient. neurological patient എന്ന റീഹബിലിറ്റേഷൻ rehabilitation of psychology. ഇന്ന രീതിയിൽ പോകാൻ പറ്റും സ്ട്രെങ്ത് ലാക്കാം അപ്പൊ ഈ ഏരിയയെ നമുക്ക് എങ്ങനെ സ്ട്രെങ്തൻ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള റിഹാബിലിറ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യാം അല്ലെങ്കിൽ സ്ട്രെങ്ത്തുള്ള ഏരിയ കുറെ കൂടി നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും or if understand is there possibility for possibility for any cognitive uh, possibility for any disease related to cognitive capacity like uh, we can give the real measures for helping such ഇവിടെ വെറുതെ ഒരു കൊടുത്ത ശേഷം പ്രത്യേകിച്ചുള്ള എന്നാ കേട്ടോ ഞാൻ after this with collaborating with all they uh, actively involved in the rehabilitation program or rehabilitation procedure for that patient. ഒരു patient or we can interfere we taken in the uh, problems, forward problems, security for the problems, manage നമ്മൾ മനസ്സിലാക്കാണ്ട് നേരത്തെ തന്നെ പല രീതിയിലുള്ള കുട്ടികളെ നടത്താൻ വലിയൊരു ന്യൂറോളജി പ്രോബ്ലമായിട്ട് വരണമെന്നില്ല അവിടെ നമുക്ക് ഇടപെടാം എന്നുള്ളത്